ഓക്കെ അപ്പൊ നമ്മൾ തേർഡ് സെക്ഷനിലെ ഫസ്റ്റ് യൂണിറ്റിലത്തെ ഇൻട്രൊഡക്ഷനിലോട്ടാണ് പോകുന്നത് അപ്പൊ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൗൺസിലിംഗിന്റെയും ഗൈഡൻസിന്റെയും ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു what you mean by guidance എന്താണ് the correct differentiation between guidance and counselling we just already in the last class so here we are focusing on uh, how we can be able to help the clients to get their self actualisation എങ്ങനെയാണ് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആയിട്ട് എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട് എന്തൊക്കെ പ്രിക്വേഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് and what we have to deal with why we are practising or why we are dealing with the counselling as such അപ്പൊ ഇതിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ കൗൺസിലിംഗ് ഗോൾസും കൗൺസിലിംഗ് പ്രോസസ്സും സ്റ്റേജസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് definition of guidance and counselling ആണ് just we already discussed about what you mean by guidance and what is counselling അപ്പോൾ പെരസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is an interactive process ആണ് between the counsellee who needs assistance and the counsellor who is trained and educated to give the assistance അപ്പോൾ നമുക്ക് ഏതൊരു ഇൻഡിവിജ്വലിനാണ് ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ആവശ്യമായിട്ടുള്ളത് he is regard termed as the counsellee and the one who is trained and educated to give the assistance ആ വ്യക്തിനെ പറയുന്ന പേരാണ് കൗൺസിലർ അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതേപോലെ തന്നെ ഇത്രയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈക്ക് uh, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ആയിരിക്കുക അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസിന് ബെറ്റർ സൊല്യൂഷൻസ് കാണാൻ പറ്റുന്ന ഒരു വ്യക്തി അതൊക്കെയാണ് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻസ് ആണ് നമുക്ക് താഴെ കാണുന്ന രണ്ട് മൂന്ന് സെക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ദ ഡെഫിനേഷൻ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറൻഷ്യൻസിലെ പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് counsellor should be a professional to be a professional ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം ആ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് the individual with trust warmth and understanding അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ത്രീ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന നമ്പർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആൻഡ് ഹി ദാറ്റ് ഈസ് കൗൺസിലിങ്ങിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞത് and according to Jones guidance എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which involves personal help given by some someone and it is designed to assist the person to decide where he wants to go what he wants to do or how he can best accomplish his purpose അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണൽ പ്രോബ്ലം ആയിരിക്കാം അതിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കാം അവിടെ കുറച്ചും കൂടി ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസോ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ഒക്കെ വേണ്ടി വരുന്ന ഒരു സ്റ്റേജാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടോ അവരൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു അസിസ്റ്റൻസിനെയാണ് ഗൈഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് so the difference there is of course there is a difference between guidance and counselling ഇപ്പോൾ ഗൈഡൻസ് പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ വൊക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണൽ ആസ്പെക്ട്സിനെയാണ് ഡീൽ ചെയ്യണത് എങ്കിൽ counselling emphasise on social personal and emotional problems of the individual there is a major differentiation between guidance and counselling so how we can be have how we can have a kind of counselling setting അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം I think already we just covered all these things but again we are moving to the deeper levels of the physical settings and all these things okay so first one പറയുന്നതാണ് ഫിസിക്കൽ സെറ്റിങ്സ് ഫിസിക്കൽ സെറ്റിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ കൗൺസിലിംഗ് സെഷൻസ് നടക്കുന്നത് അവിടുത്തെ ഒരു ഫർണിച്ചർ സിസ്റ്റംസ് ആയിരിക്കാം അതേപോലെ തന്നെ വെന്റിലേഷൻ പ്രോസസ്സ് ആയിരിക്കാം അതേപോലെ തന്നെ ഇത്രയും കൂടി ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് and it should be uh, preferably it should be free from outside disturbances and it should exclude a feeling of warmth suppose uh, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് സെന്ററിന്റെ ഒരു പിക്ചറൈസേഷൻ uh, ഒക്കെ നമ്മൾ പല ഫിലിംസിലൊക്കെ കാണുമ്പോൾ തന്നെ അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു വാമത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർക്കംസ്റ്റാൻസസ് uh, ഒക്കെയാണ് പലരും അത് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടി ഒരു ഒരു ഫ്രീ ഒരു ആസ്പെക്റ്റ് ആയിട്ട് ക്ലയന്റിന് പോലും ഫീൽ ചെയ്യുന്നത് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ പ്രസന്റ് സിനാരിയോയില് ആദ്യം ഉണ്ടായിരുന്ന പോലെ ബെഞ്ചോ ഐ മീൻ ചെയർ അല്ലെങ്കിൽ ടേബിള് എന്നുള്ളതിന് മാറിയിട്ട് ഇപ്പൊ ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ഒരു ഫ്രീ അസോസിയേഷൻ ഒക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു സെഷൻസ് ഒക്കെയാണ് പലപ്പോഴും വെസ്റ്റേൺ സൈഡിലൊക്കെ ഇപ്പൊ അങ്ങനെയാണ് ഒരു ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് but still we are still focusing the chairs and table അതൊരു നയൻറ്റി ഡിഗ്രി ആംഗിളിൽ വൺ സൈഡിൽ ഒരു ഒരു സ്ട്രെയിറ്റ് ഹെഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേർക്കും ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അറേഞ്ച്മെന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം ഒരു നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം സിറ്റിംഗ് അറേഞ്ച്മെന്റ് കൊണ്ടുവരുന്നതിന് then proximity between counsellor and client almost ഒരു thirty to thirty inches difference ആണ് കൗൺസിലറും ക്ലയന്റും തമ്മിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് പറയുന്നത് and the optimum distance uh, it uh, maybe depends on room size and furniture arrangement then uh, അതേപോലെ തന്നെ ഓരോ സെഷൻസ് ബൈ സെഷൻസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് റുട്ടീൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഫോൺ കോൾസിന്റെ സംഭവങ്ങളായാലും ഡു നോട്ട് ഡിസ്റ്റർബ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്നും കൂടി അതിലൊന്ന് അഷ്വറി ആയിട്ട് ഇരിക്കുക ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങളായാലും ഒരു വിഷ്വൽ പ്രൈവസി ഒരു ക്ലയന്റിന് അല്ലെ എൻഷുർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു സെൽഫ് ഡിസ്ക്ലോഷർ അവിടെ കൊടുക്കേണ്ടത് ദെൻ പിന്നെ പറഞ്ഞിട്ടുള്ളത് what are the characteristics of an effective counsellor ഒരു കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അപ്പോൾ ഒരു തെറാപ്പി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഒരു ഇത്രയും കൂടിയും ഒരു നിയർ ബൈ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എത്തിക്സ് ഫോം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ് അതുകൊണ്ട് തന്നെ the counsellor may have such uh, kind of characteristics. The first one is self-awareness. That is, uh, who am I? Whether I am able to aware about oneself. Uh, what are my thoughts? What are my feelings? What are my attitudes? in what sense I can able to understand others verbatim? അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുണ്ടെന്നുള്ള വ്യക്തിയാണോ ഏത് കാര്യങ്ങൾ വരുമ്പോഴാണ് എനിക്ക് ഇത്രയും കൂടിയും ഒരു ബോർ ആയിട്ടുള്ള ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഒരു സജഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു കൗൺസിലർ അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് ആണ് and to be honest themselves they are be able to build a trust and communicate clearly and accurately that is about self awareness be aware about oneself second characteristics പറഞ്ഞിരിക്കുന്നതാണ് ബി എംപത്തറ്റിക് എംപത്തി എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പുട്ടിങ് നമ്മളെപ്പോഴും മോസ്റ്റ്ലി പറയുന്ന ഒരു വേർഡ് ആണ് putting my legs on another shoes അല്ലെങ്കിൽ putting other legs on my shoes എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ as an empathetic listener the counsellor's ability to enter the client's phenomenal world to experience the client's as if it were your own without ever losing them as if quality അപ്പോൾ ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഹൗ വുഡ് ഐ റിയാക്ട് ഞാൻ എങ്ങനെ ചിന്തിക്കും ഞാൻ എങ്ങനെ ഇമോഷണലി ആകും ഞാൻ എന്ത് രീതിയിലുള്ള ഒരു ഒരു എക്സ്പ്രഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് അവിടെ ഉണ്ടായിരിക്കുക അത്തരത്തിലുള്ള ഒരു അവയർനെസ് അതിനെയാണ് നമ്മൾ എംപത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് and to be most important ആ എമ്പത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇഷ്യൂസ് അതേപോലെ തന്നെ നമ്മളുടെ ഇഷ്യൂസായി മാറ്റുക എന്നുള്ളതല്ല അതേപോലെ തന്നെ അത് ആ സെഷൻ കഴിഞ്ഞിട്ടായാലും ആ സെയിം ഇഷ്യൂസിൽ തന്നെ നമ്മൾ നിലനിൽക്കുക എന്നുള്ളതല്ല അവരോട് സംസാരിക്കുന്ന സമയത്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് we should be an empathetic individual അത് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ബൈ നോഡിങ് അവർ ഹെഡ്സ് അല്ലെ നമ്മൾ അവരുടെ അടുത്ത് പറയാനായിട്ട് ഇരിക്കുമ്പോൾ അവർ പിന്നെയും നമ്മളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം അവരുടെ ഫീലിങ്സ് ആയാലും ഇമോഷൻസ് ആയാലും അവർ നമ്മളുടെ അടുത്ത് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ we should be in an empathetic manner അതിനനുസരിച്ചിട്ട് അവരിൽ ചേഞ്ചസ് ഉണ്ടാക്കാം ഇനി എംപത്തിയിൽ രണ്ട് കമ്പോണൻസ് പറയുന്നുണ്ട് primary empathy and advanced empathy primary empathy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is ability to respond in such a way that it a apparent to both the client and counsellor that the counsellor has understood the client okay എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ I can understand I can able to hear you എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചിനെയാണ് പ്രൈമറി എംപത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബേസിക് ലെവലുള്ള ഒരു empathy advance empathy is the process of helping the client to explore themes issues and emotions new to his or her awareness അപ്പൊ കുറച്ചും കൂടി ഒരു എക്സ്പ്ലോറേഷൻസിലായിട്ട് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അവരെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതിന്റെ കോഴ്സസോ അല്ലെങ്കിൽ അവരുടെ ആ തീംസോ അവരുടെ ഇഷ്യൂസോ കുറച്ചും കൂടി ഒരു അവയർനെസ് സ്റ്റേജിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റിയാണ് അഡ്വാൻസ്ഡ് എംപത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്വാളിറ്റീസ് ആണ് അടുത്തതായിട്ട് കാരണം അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് എൺപതി ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ക്ലയന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്നുള്ളത് നമ്മൾക്ക് ഒരു എസെൻഷൻസ് നടത്താൻ സാധിക്കുള്ളൂ അങ്ങനെ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള സെഷൻസിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്റർവെൻഷൻസോ സ്ട്രാറ്റജീസോ ഹോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ So that is the second thing, empathy and unconditional positive regard, which simply means that without any condition, I am accepting as you an individual, as you as a human. അപ്പം ഒരു ജഡ്ജ്മെന്റലും ഇല്ലാതെ എന്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും എന്ത് ഫാമിലി ഇഷ്യൂസ് ആയിട്ട് വരുന്ന കപ്പിൾസ് ആണെങ്കിലും എന്ത് പ്രോബ്ലമാറ്റിക് ബിഹേവിയർ ആയിട്ട് വരുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ കൂടിയും treat them as an individual without any kind of judgement പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസിലെ ഞാൻ ഇങ്ങനെ ചെയ്താലേ നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ ഞാൻ അത് സെഷൻസിൽ പറയുള്ളൂ നിങ്ങൾ ഇങ്ങനെ ചെയ്താലേ നമ്മൾക്ക് ഒരു പോസിറ്റീവ് കൺസിഡറേഷൻ ഉണ്ടാകുള്ളൂ അതില്ലാതെ accept them as it is എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നതിനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് which is refers to necessary and sufficient conditions for therapeutic change in the counselling relationship അപ്പൊ നമുക്കൊരു കണ്ടീഷൻസ് ഉണ്ടാവില്ല because we know that every client has their own limitations ഇപ്പൊ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാകും ഇന്ന കാര്യങ്ങൾ അവർ പക്കായിട്ട് ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്യൂസ് ഒക്കെ മാറുന്നത് why he termed as a client because he has some sort of difficulties why maintaining that particular behaviour okay so അതുകൊണ്ട് നമ്മൾ എന്താണ് അത്തരത്തിലുള്ള ഒരു കണ്ടീഷൻസ് വെക്കുകയല്ല വേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടോ ഒരു ജെനുവിൻ ആയിട്ടോ ഒരു നോൺ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ക്ലയന്റിന്റെ ഇമോഷൻസിനെയോ ഫീലിങ്സിനെയോ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കാം and next characteristics is genuineness genuineness എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is acting without using a facade പ്രത്യേകിച്ച് നമ്മളൊന്നും ബിഹൈൻഡ് നമ്മളൊന്നും ഹൈഡ് ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും മറച്ച് പിടിച്ചു വെക്ക മീൻസ് ക്ലയൻറ്റിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാതെ ജെന്യുവിൻ ആയിട്ട് ക്ലയന്റിനോട് നമ്മൾക്ക് സിമ്പത്തി ആണോ എംപത്തി ആണോ ക്ലയന്റിന്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ ആകണം എന്നുള്ള ഒരു കൺസിഡറേഷനിൽ കൂടിയിട്ടുള്ള സെഷൻസ് ആണോ അതിനനുസരിച്ചിട്ടുള്ള ഇന്റർവെൻഷൻസ് ആണോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ജെന്യുവിൻ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ക്ലയന്റിന്റെ പ്രോബ്ലത്തില് അല്ലെങ്കിൽ അതൊരു സൊല്യൂഷൻസിനെ സക്സീഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാം so it suggest that the counsellor should be a real person to his or her clients and warmth next quality പറയുന്നതാണ് warmth the quality of warmth എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ uh, ഒരു ഇൻട്രസ്റ്റ് ഒരു ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻഡിവിജ്വൽ വരികയാണെന്നുണ്ടെങ്കിൽ uh, അത് അല്ലെങ്കിൽ നമ്മൾ എത്ര കൂടി അപ്രോച്ചബിൾ ആകാൻ നമ്മൾ പറയില്ലേ ഇത്രയും കൂടി ആക്സെപ്റ്റബിൾ ആയിരിക്കാം uh, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാനുള്ള ഒരു ഇത് കൊണ്ടുവരാൻ സപ്പോർട്ട് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഒരു ഒരു വാമത്തോ അല്ലെങ്കിൽ ഒരു അറ്റൻറ്റീവ്നെസ്സോ അവരെ പേഷ്യൻസോട് കൂടി ലിസൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസീസ് ഇപ്പൊ സപ്പോസ് നിങ്ങൾ ആരെങ്കിലും ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ some individual may have some kind of warmth ability അവരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് എന്തെങ്കിലും എന്താ പറയാ ഒന്ന് അങ്ങോട്ട് പറയാനായിട്ട് we feel some kind of എന്താ ആ നമ്മൾക്ക് ആ ഒരു വാംത്ത് ഫീൽ ചെയ്യാൻ സാധിക്കും അവർ പ്രത്യേകിച്ചൊന്നും നമ്മുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടായിരിക്കില്ല but that silence it is enough for having such quality okay അപ്പൊ അതേപോലെയുള്ള ഒരു ഐഡിയൽ ഫാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക without judgemental to be honestly okay then next characteristics പറയുന്നതാണ് അറ്റൻറ്റീവ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു അറ്റൻറ്റീവ്നെസ് ഉണ്ടായിരിക്കുക when we are sink into that particular situation we become attentive we become concentrated അപ്പൊ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു empathy is fostered by attentiveness എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് it is based on the amount of verbal and non verbal behaviour shown to the client അപ്പൊ നമ്മൾ ഒരു ലിസണിങ് ആക്റ്റീവ് ലിസണിങ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കപ്പാസിറ്റി ആയിട്ട് വരുന്നതാണ് അതായത് നമ്മൾ എത്രമാത്രം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എത്രമാത്രം ഒരു പ്രോബിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ റിക്വസ്റ്റിംഗ് ആയിരിക്കാം ക്ലാരിഫിക്കേഷൻസ് ആയിരിക്കാം റീസ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം സമ്മറൈസിങ് ഫീലിങ്സ് ആയിരിക്കാം ഇതൊക്കെ വെർബലി ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അറ്റൻറ്റീവ് ആണെന്ന് തെളിയിക്കുന്ന എക്സാമ്പിൾസ് ആണ് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പൊ നമ്മളിടയ്ക്ക് ഓ അങ്ങനെയാണോ oh is it are you അതൊന്നും കൂടി വ്യക്താക്കാമോ അത് അങ്ങനെ തന്നെയാണോ അതിനെ സ്റ്റേറ്റ് ചെയ്യുക these are the example for the verbal attentiveness because it implies that നമ്മൾ അറ്റൻറ്റീവ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള നമ്മുടെ പ്രോബിംഗ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പല രീതിയിലുള്ള റീസ്റ്റേറ്റ്മെന്റിലൂടെയോ ഇതൊക്കെ ചെയ്യുന്നത് വഴി it's ensure that we are attending okay അതേപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ള പല ബിഹേവിയേഴ്സും അറ്റൻറ്റീവ്നെസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് like skills are abbreviated at SOLER SOLER എന്നുള്ളതിനെയാണ് അതിന് സ്കില്ലായിട്ട് പറയുന്നത് നോൺ വെർബൽ അറ്റൻറ്റീവ്നെസ്സിനെ പറയുന്നത് ലൈക്ക് എസ് uh, എന്ന് പറയുന്നത് സ്ക്വയർലി അതായത് face the client squarely that is അഡൌട്ട് a posture that indicates involvement നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കൂടി ഒരു ഫ്രണ്ടിലോട്ട് ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മളത് ശ്രദ്ധിച്ചു കേൾക്കുക it indicates the squarely then adopt and open posture നമ്മളിപ്പോൾ ഒരു വളരെ കാഷ്വൽ ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റിയും അല്ലെങ്കിൽ ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ കയ്യും കാലൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുഞ്ഞു കൂടിയിട്ട് ആ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടായിരിക്കുക because it's indicates that we are not at all attentive to listen something or else അപ്പോൾ ഒരു ഓപ്പൺ ഓപ്പൺ ഓക്കെ ഒരു ഓപ്പൺ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sit with both feet on the ground to begin with ഒരു സെക്കൻഡ് ഓപ്പൺ പോസ്റ്റർ എന്ന് പറയുന്നത് to sit with both feet on the ground to begin with and with your hands folded one over the other നമ്മൾ ഇത്രയും കൂടി ഒരു ഓക്കെ ആണ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഒരു open posture then lean toward the client it's how to be aware the client space needs അപ്പോൾ ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ ഇത്രയും കൂടിയും ഫ്രണ്ടിലോട്ട് ആയി കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു position okay then maintain and eye contact it is a, one of the most important element in every kind of uh, conversation okay then counsellor imports R എന്ന് പറഞ്ഞിരിക്കുന്നത് റിലാക്സ് അതായത് കൗൺസിലർ uh, ഇത്രയും കൂടിയും അവരെ കേൾക്കുന്നുണ്ട് അവരെ ലിസൺ ചെയ്യുന്നുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള uh, രീതിയിൽ relaxing to hear all these things അപ്പൊ അങ്ങനെ ഒരു സോളർ എന്നുള്ള രീതിയിലുള്ള ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് we are expressing the attentiveness and concreteness next skill പറയുന്നതാണ് കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത് it is an ability to listen to what is been said by the client instead of what is been implied അവരെന്താണോ പറഞ്ഞത് അതിനെ കുറച്ചും കൂടി വ്യക്തമാക്കി ക്ലിയർ ചെയ്യാനോ ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ കോൺക്രീറ്റ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് and the concreteness in counselling is essential if the counselling proceeds to success അതായത് പ്രത്യേകിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് എന്നുള്ളത് മാത്രമല്ല അവരെന്ത് പറയുന്നു അവരെങ്ങനെ പറയുന്നു അതിനനുസരിച്ചിട്ട് അവരെന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൺക്ലൂഷൻസോ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അവർ പറയുന്നതിൽ നമുക്കൊരു ഫൈനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ആ ഒരു മെത്തേഡ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അത് നമ്മൾ കോൺക്രീറ്റ്നെസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് it is a any quick preconceived or initial judgement about what the client is saying is not particularly helpful അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഇത്രയും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൺക്രീറ്റ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് just listen to what they are talking അതാണ് അത് ഉദ്ദേശിക്കുന്നത് ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് objectivity uh, without any subjective bias or without any kind of expectations, without any kind of distorted perceptions or imaginations, we uh, accept the individual as it is. അതിനെയാണ് നമ്മൾ ഒബ്ജക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓപ്പൺ മൈൻഡഡ്നെസ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി കേൾക്കാനും അവര് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരു വാല്യൂസോ അല്ലെങ്കിൽ അവർ ഫീലിങ്സോ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു capacity and it is ability to listen to respond and to interact with a client in a free from the constraints of imposing value criteria അപ്പൊ കുറച്ചും കൂടിയും ഒരു നമ്മളൊരു ഓപ്പൺ മൈൻഡഡ് ആകുകയാണെന്നുണ്ടെങ്കിലാണ് അവർ പറയുന്ന കാര്യങ്ങളിലുള്ള തെറ്റുകൾ നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ ഒരുപാട് അവർ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ പറയുന്നു നമ്മൾ പെട്ടെന്ന് പറയണം അതെന്തിനാ അങ്ങനെ ചെയ്തേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ അതൊക്കെ അതിനൊക്കെ അതൊക്കെ ശരിയാണോ എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും എന്ത് സംഭവിക്കും there is a chance for stop that particular kind of conversation between the client and the counselor okay അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി വൈഡൻ ആയിട്ട് പെർസീവ് ചെയ്യാനും അല്ലെങ്കിൽ വൈഡൻ ആയിട്ട് ലിസൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഓപ്പൺ മൈൻഡ് എർണസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് and sensitivity is a prime factor in contributing to counselor effectiveness. It implies that the counselor makes a deeper and spontaneous responses to the client's needs, feelings, conflict, doubts. നമ്മൾ ക്ലയൻസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കഥ പോലെ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും നമ്മളതൊക്കെ ഇങ്ങനെ അപ്പാടെ റിസീവ് ചെയ്യുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പറയുന്ന വളരെ ആയിട്ട് പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു ഡീപ്പറായിട്ട് ഒരു കുഗ്നറ്റീവ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റെസ്പോൺസിലൂടെ അവരെ ഫീലിങ്സും അവരുടേതായിട്ടുള്ള നീഡ്സോ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ഡീപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അത് വിചാരിച്ച് അവരെ എതിർക്കുക എന്നുള്ളതല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചും കൂടി ഒരു അറ്റൻറ്റീവ്നെസ് ആയിരുന്നു പ്രോബ് ചെയ്തുകൊണ്ടോ റീസ്ട്രേറ്റ് ചെയ്തുകൊണ്ടോ പെട്ടെന്ന് സെൻസ് ചെയ്ത് അതിൽ ഇടപെടാനുള്ള ഒരു ഒരു കഴിവിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ നോൺ ഡോമിനൻസ് നമ്മളിപ്പോൾ എല്ലാവരും കൗൺസിലർ എന്നുള്ള സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് എന്താണ് ക്ലൈൻറ്റിനേക്കാളും കൂടുതലായിട്ട് പറയേണ്ട ഒരു വ്യക്തിയല്ല counsellor he's the best one to express and listen listening capacity ഏറ്റവും കൂടുതലായിട്ട് പറയുന്നതാണ് കൗൺസിലർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദെൻ കോൺഫ്രണ്ടേഷൻ ദറ്റ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൊണറ്റേഷനിലൊന്നും വരാതെ കൗൺസിലറും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസോ ബിഹേവിയേഴ്സോ ഒത്തിരി കൂടിയും ഒരു റെസ്പോൺസിബിൾ ആയിട്ടോ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടോ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അപ്രോച്ച് ഒരു സിറ്റുവേഷൻസിനെയാണ് നമ്മൾ കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് example of confrontation you have said you want to change this behaviour but it seem you keep going it over and over again help me to understand what is going on and how repeating this pattern is helpful to you അപ്പൊ കുറച്ചും കൂടി അതൊരു ഒരു നെഗറ്റീവ് കൊണേഷനിലല്ല നമ്മളത് എക്സ്പ്രസ് ചെയ്യേണ്ടത് നമ്മൾ അവരായിട്ട് അത്രയും ഒരു റാപ്പോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോൺഫ്രണ്ടേഷൻ ഒക്കെ അവിടെ എഫക്റ്റീവ് ആയിട്ട് നടക്കുള്ളൂ അല്ലെങ്കിൽ അത് നേരെ തിരിച്ച് ക്ലൈൻറ്റ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സെൻസർ എടുക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും നെക്സ്റ്റ് പറയുന്നതാണ് സെൻസ് ഓഫ് ഹ്യൂമർ കുറച്ചൊക്കെ ചില സമയങ്ങളിലൊക്കെ ഒരു ടാബൂസ് ഒക്കെ കളയുന്നതിന് വേണ്ടിയിട്ടോ ഒരു സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഒക്കെ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ടും ഒരു കൗൺസിലറിന് ഉണ്ടായിരിക്കേണ്ടതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് then what are the goals of counselling ഒരു കൗൺസിലിങ്ങിന്റെ ഗോൾസ് എന്താണെന്നുള്ളതാണ് കൗൺസിലിംഗ് എന്നതിന്റെ ഗോൾസ് എന്ന് പറയുന്നത് as the name indicates the solution of a problem അവർ ചിലപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം ആയിരിക്കാം ചിലപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയില്ല സാധ്യതയുള്ള പ്രോബ്ലത്തിന്റെ റെസൊല്യൂഷൻസ് ആയിരിക്കാം എന്തൊക്കെ പ്രോബ്ലംസ് എന്ത് പ്രോബ്ലംസ് എന്ത് തന്നെ ആയാലും കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ആയിട്ട് സൊല്യൂഷൻസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് സോ നമ്മൾ ഗോൾസ് അപ്പൊ കൗൺസിലിങ്ങിന്റെ പ്രധാനമായിട്ടുള്ള ഗോൾസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് അപ്പൊ ഗോൾസ് എന്ന് പറയുമ്പോൾ പല തരത്തില് നമുക്ക് ഒരു കൗൺസിലിംഗ് സെഷൻസിന് ഗോൾസ് നമുക്ക് ഫിക്സ് ചെയ്യാം അതിൽ ഒന്നാമത്തെ ഗോൾ ആയിട്ട് പറയുന്നത് ഡെവലപ്മെന്റൽ ഗോൾ ആണ് ഡെവലപ്മെന്റൽ ഗോൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഗ്രോത്തും ഡെവലപ്പും ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സോഷ്യലിയോ പേഴ്സണലിയോ ഇമോഷണലിയോ കൊഗ്നറ്റീവിലെയോ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഡെവലപ്മെന്റൽ ഗോൾസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിൽ ഏതെങ്കിലും ഒരു ഏരിയാസിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ we are giving such kinds of counselling okay രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് പ്രിവെന്റീവ് ഗോൾസ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഡ്രഗ് അബ്യൂസ് ഒക്കെ അല്ലെ അതിലോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസുകളും ക്ലാസ്സുകളും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു പ്രിവെന്റീവ് ഗോൾസ് ആണ് ഒരു സൊല്യൂഷൻ ഒരു പ്രോബ്ലം വരുന്നതിന് മുൻപ് നമ്മൾ പല രീതിയിലുള്ള സെഷൻസ് വെക്കുന്നത് എൻഹാൻസ്മെന്റ് ഗോൾസ് ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എബിലിറ്റീസോ അല്ലെങ്കിൽ സ്കിൽസോ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ ഒരു എബിലിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നമ്മൾ കുറച്ചും കൂടി ഒക്കെ ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എൻഹാൻസ്മെന്റ് ഗോൾസ് നോക്കുന്നത് ദെൻ റെമഡിയൽ ഗോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരു അൺഡിസറബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ പാറ്റേണിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ the have to go through the remedial goals then exploratory goals ഉണ്ട് കുറച്ചും കൂടിയും ഒരു എന്താ പറയാ സ്കില്ലുകളോ അസിസ്റ്റ് ചെയ്യാൻ ന്യൂ ന്യൂ ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക ഒരു എൻവയോൺമെന്റിലോട്ട് പോവുക പുതിയൊരു ജോബിലോട്ട് പോകുക അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇത്രയും കൂടി അഡ്ജസ്റ്റബിൾ ആയിരിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ചും കൂടി സ്കിൽ ഓറിയന്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലോറേറ്ററി ഗോൾ സെറ്റ് ചെയ്യാം റീഎൻഫോഴ്സ്മെന്റ് ഗോൾസ് നമുക്ക് നോക്കാം അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ബിഹേവിയർ ഇപ്പൊ എന്തെങ്കിലും ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് റീഎൻഫോഴ്സ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദെൻ കൊഗ്നറ്റീവ് ഗോൾസ് ഉണ്ട് നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ കൊഗ്നറ്റീവ് സ്കിൽസുകളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊഗ്നറ്റീവ് ഗോൾസ് നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യാം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിസിയോളജി ഫിസിയോളജിക്കൽ ഗോൾസ് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഇമോഷൻ ബാലൻസും നല്ലൊരു സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ ഗോൾസ് സെറ്റ് ചെയ്യാം അപ്പോൾ different categories of goals are the thing is that we should able to understand what kind of individual are sitting in front of me or in front of us what is their need what is the lack അവർക്ക് ഉള്ള എബിലിറ്റീസ് എന്താണ് അവരിൽ എന്താണ് കുറവായിട്ടുള്ളത് അവർ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം ഒരു ഇഷ്യൂസ് ആയിട്ട് വരുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിൽ നിന്നാണ് ഏത് ഗോളായിരിക്കണം ഈ ഒരു ക്ലയന്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വരിക എനിക്ക് ഇന്ന ഗോൾ അറ്റൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല അവര് പ്രോബ്ലംസ് പറഞ്ഞിട്ടാണ് അവർ ഇഷ്യൂസ് പറഞ്ഞിട്ടാണ് ആ ഇഷ്യൂസിൽ നിന്നാണ് we have to rectify how based on the different qualities of a counsellor ഒരു അറ്റൻറ്റീവ്നെസ് ഉണ്ടായിരിക്കുക റാപ്പോ മെയിൻറ്റെയിൻ ചെയ്യുക ജെനുവിൻ ആയിരിക്കുക ഓപ്പൺ മൈൻഡഡ് ആയിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആകുമ്പോഴാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ നീഡ് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുള്ളൂ and then in turn related to the goals okay then the function of counselling goals എന്തൊക്കെ ഗോൾസ് ആണ് നമ്മുടെ കൗൺസിലിംഗ് ഗോൾസിൽ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the goal serve as a motivation factor in counselling നമുക്ക് എന്തോ എന്തോ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അല്ലെ നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു എനർജി വരുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഗോള് രണ്ടാമത്തെ goal the goal can have educational function നമ്മൾ പല രീതിയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതോ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതോ ഒക്കെ ചിലപ്പോഴൊക്കെ ഒരു എഡ്യൂക്കേഷണൽ ലെവലിലായിരിക്കും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഓറിയന്റഡ് ആയിട്ടോ ഇൻഫോർമേഷൻ റിലേറ്റഡ് ഒക്കെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് രണ്ടാമത്തെ ഗോളാണ് തേർഡ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് to evaluate functional counselling whereby clients goal help the counsellor to select the eva- select and evaluate different counseling strategies appropriate to achieve the client's goals. അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലാണ് ആ ഗോളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊസീജിയറിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് ഗോൾസിലൂടെയാണ് ഒരു counselling sessions counselling goals framework ചെയ്തിരിക്കുന്നത് and what are the role of counsellor in guidance and counselling നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ awareness on the part of the client behavioural change ഏത് രീതിയിലുള്ള ബിഹേവിയർ ചേഞ്ചസ് ആണോ എന്താണ് അവരുടെ ഗോൾസ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം then understand the clients potentials and limitations എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു പൊട്ടൻഷ്യൽസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റിന്റെ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് ഐഡന്റിഫൈ ചെയ്താലാണ് നമുക്ക് ഇത്രയും കൂടി നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് സെഷൻസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു വൊക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ഇൻഫോർമേഷൻസും ഒക്കെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യേണ്ടി വരുന്നത് അതേപോലെ തന്നെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പ്രോബ്ലംസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ we need to explore the express their feelings clarify and elaborate them as related to the problem അവരുടെ പ്രോബ്ലംസും അവരുടെ ഫീലിങ്സും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കണം അതിൻ്റെതായിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം then make the client aware of a desirable action for change ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രം പോരാ ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതും ആ സൊല്യൂഷൻസിലോട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും അതിനൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മളുടെ ക്ലയന്റിന്റെ ഭാഗത്ത് ഉണ്ട് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സജഷൻസോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഒരു അസിസ്റ്റൻസോ ആണ് കൗൺസിലർ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആൻഡ് അനദർ സ്റ്റേജസ് പറയുന്നുണ്ട് uh, എന്തൊക്കെയാണ് establishing relationship with client Hackney and Cormier identify the different stages or steps for the counselling process ഒന്ന് എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയന്റ് അതിലൊന്നാമത്തെ റിലേഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ റാപ്പോ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡും വെർബൽ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടു ഒരു ക്ലൈ ഒരു കൗൺസിലറിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ് ചെയ്യുക ഇതൊക്കെ വഴിയായിട്ടാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റാപ്പോ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു റാപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താലാണ് ക്ലയന്റ് പിന്നെയും ആ ഇൻഡിവിജ്വലിന്റെ അടുത്ത് പോകാനും ആ പ്രോബ്ലം അവിടെ ക്ലിയർ ചെയ്യാനും സാധിക്കുള്ളൂ കാരണം വൺസ് ഫസ്റ്റ് സെറ്റിങ്സിൽ ഒരിക്കലും ഒരു ക്ലയന്റ് ആളുടെ ഉള്ളിലുള്ള എല്ലാ പ്രോബ്ലംസും അവിടെ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല എല്ലാ കേസിലും അപ്പൊ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അതിനുള്ളൊരു സ്പേസ് ആണ് അത് ഒരു ട്രസ്റ്റ് ഫീലിംഗ് ക്ലയന്റിന് ഉണ്ടായിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിൽ അതിന്റെ കൗൺസിലറിന്റെ ഗോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക explain the counselling process and mutual responsibilities to the client ആ കൗൺസിലിംഗ് പ്രോസസ് എന്താണെന്നുള്ളതും അവിടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും ക്ലയന്റിന്റെ അടുത്ത് പറയുക ഒരു facilitate communication identify and verify clients concern that brought him to her to the counsellor എന്തുകൊണ്ട് അവർ ഇവിടെ വന്നു എന്നുള്ളതിന്റെ ഒരു ഐഡന്റിഫിക്കേഷനും വെരിഫിക്കേഷനും അത്യാവശ്യമാണ് and plan with the client to obtain assessment data needed to proceed with the counselling process അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ കൗൺസിലറിന് ഉണ്ടായിരിക്കണം ആൻഡ് ക്ലയന്റിന്റെ ഗോൾ എന്താണ് കൗൺസിലർ പറയുന്ന കാര്യങ്ങളോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഉണ്ടാകേണ്ടതും അത് ചെയ്യേണ്ടതും ആവശ്യമാണ് എന്നുള്ള ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരിക്കാം share and explain reasons for seeking help and cooperate in the assessment of both problem and self ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ടാമത്തത് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ ആണ് എന്താണ് പ്രോബ്ലം അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സ്പ്ലോർ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ വെർബലി അല്ലെങ്കിൽ അതിനൊരു ഡാറ്റ ഉണ്ടായിരിക്കുക ഒരു എന്താ പറയുക ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾക്ക് കൊണ്ടുവരാം അതിന് മൂന്ന് ഹെഡിങ്സിലാണ് ഈ എക്സ്പ്ലനേഷൻസും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാൻ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ടൈം ഡയമെൻഷൻ എപ്പോ എവിടെ വെച്ച് പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് പാസ്റ്റ് എന്തായിരുന്നു ഫ്യൂച്ചർ ഡയമെൻഷൻസ് എങ്ങനെയാണ് അവരുടെ ഗോൾസ് എന്താണ് ഫ്യൂച്ചർ ഡിമാൻഡ്സ് എന്താണ് അങ്ങനെ ഒരു ടൈം ഡയമെൻഷന്റെ ബേസിൽ ആ ക്ലയന്റിന്റെ issues past present and future related ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു രണ്ട് ഫീലിംഗ് ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ includes the emotions and feelings the client has toward oneself and significant others മറ്റുള്ളവരോടും ആ വ്യക്തിയോടും അതായത് ആ ക്ലയന്റിനോട് തന്നെയും എന്ത് രീതിയിലുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് ആണ് ഉള്ളത് ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ആണോ അതോ പോസിറ്റീവ് സെൽഫ് ഇമേജ് ആണോ സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാണോ അത് മറ്റുള്ളവരുമായിട്ടൊരു ഒരു തീരെയും ഒരു ഇന്ററാക്ഷൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ വ്യക്തിയാണോ അല്ലാത്ത വ്യക്തിയാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് റെക്കോർഡ് ചെയ്യാം third how the individual are thinking about it എങ്ങനെയാണ് ആ ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിനെ ആ ഇൻഡിവിജ്വല് കോപ്പ് അപ്പ് ചെയ്യുന്നത് സോൾവ് ചെയ്യുന്നത് എന്തൊക്കെ കോപ്പി മെക്കാനിസംസ് ആണ് ഇൻഡിവിജ്വലിനുള്ളത് എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൊഗ്നിറ്റീവ് ഡയമെൻഷൻ അപ്പൊ ഇങ്ങനെ മൂന്ന് ഡയമെൻഷൻസിലൂടെ നമുക്ക് എന്ത് കിട്ടും അവിടെ അവരൊരു വെർബാറ്റും അല്ല ലഭിക്കുന്നത് മറിച്ച് എന്താണ് അവരെ പ്രോബ്ലത്തിലോട്ട് നമ്മൾ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ട് കുറച്ചും കൂടി ഒരു എക്സ്പ്ലോറേഷനിലൂടെ ആ പ്രോബ്ലത്തിലോട്ട് നമ്മൾ റീച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ടൈം ഡയമെൻഷനിലൂടെയും ഫീലിംഗ് ഡയമെൻഷനിലൂടെയും കൊഗ്നേറ്റീവ് ഡയമെൻഷനിലൂടെയും we just sink into the problem exploring the problems of an individual and അതിനുശേഷം we can be able to identify നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ പോയതിന് ശേഷം we can able to define the problem ആ പ്രോബ്ലം എന്താണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും അതിന്റെ സിവിയറിറ്റി അതിന് എന്തൊക്കെ കമ്പോ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ആരൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എങ്ങനെയാണ് അത് ആക്ച്വൽ പ്രോബ്ലം ഡെവലപ്പ് ചെയ്തത് എക്സ്പ്ലോർ ദ പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചിലപ്പോ സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് the individual with low self esteem എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് സെൽഫ് എസ്റ്റീം ഇല്ലാതെ ആയി എന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ഇന്റഗ്രേറ്റ് ദ ഇൻഫർമേഷൻ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈല് ക്ലയന്റിനെയും ക്ലയന്റിന്റെ പ്രോബ്ലത്തിനെയും ബേസ് ചെയ്തിട്ട് ഒരു ക്ലിയർ പിക്ചറൈസേഷൻ നമുക്ക് ലഭിക്കും ഓക്കെ അപ്പൊ ഇത്രയാണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത് തേർഡ് സ്റ്റേജ് അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് എന്താണ് പ്ലാനിങ് ഫോർ പ്രോബ്ലം സോൾവിങ് എങ്ങനെ നമുക്ക് അതിനെ സൊല്യൂഷൻസിലോട്ട് എത്തിക്കാൻ സാധിക്കും എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അവിടെ യൂസ് ചെയ്യണം ഏത് രീതിയിലുള്ള ഒരു ഇൻസൈറ്റ് ആണ് നമുക്ക് അവിടെ വേണ്ടത് ഹിയർ ഡി ഡിഫൈൻ ദ പ്രോബ്ലം കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ഓറിയന്റേഷനിലൂടെ നമ്മൾ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നു whether it is solvable or not whether it is a short term problem solution ആണോ വേണ്ടത് അത് ലോങ് ടൈം പ്രോബ്ലം സൊല്യൂഷൻ ആണോ വേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ഇത്രയും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഡിഫൈൻ ദ പ്രോബ്ലത്തിൽ നമുക്ക് വേണം ദെൻ സെക്കൻഡ് ആയിട്ട് പറയുമ്പോൾ identify list all the solutions ഒരു പ്രോബ്ലം ഉണ്ടാവുള്ളൂ but there may be a lot of solutions ഉണ്ടായിരിക്കും അല്ലെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും we have to choose the best one അപ്പൊ അതില് നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു ബെസ്റ്റ് വൺ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയന്റ് ഇപ്പൊ സ്മോക്കർ ആണ് എങ്കിൽ ആ സ്മോക്കറിന്റെ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു സ്മോക്കിംഗ് നിർത്താനായിട്ട് ഒരുപാട് വഴികളുണ്ട് അതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും based on the clients abilities based on the clients limitations ആ ക്ലയന്റിന് ക്ലയന്റിനോടുള്ള ഒരു ഇവാലുവേഷൻ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണ് ആ വ്യക്തി ജീവിക്കുന്ന എൻവയോൺമെന്റ് എങ്ങനത്തെ എൻവയോൺമെന്റ് ആണ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിംഗിൾ സൊല്യൂഷൻ പോലും അവിടെ സജസ്റ്റ് ചെയ്യുന്നത് okay not the point we are suggesting not we are making decision not we are imparting any kind of decision we are just making suggestions okay then analysis of the consequences of the suggested solution നമ്മൾ വൺസ് നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതിൽ ബെസ്റ്റ് വൺ ആയിട്ടുള്ള രണ്ടോ മൂന്നോ നമ്മൾ ഏകദേശം എടുക്കാം എന്ന് തീരുമാനിക്കുന്നു we have to analyse the consequences അതിൽ ഏതെടുത്താലാണ് ലീസ്റ്റ് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാകുന്നത് അതായിരിക്കും നമ്മൾ ക്ലയന്റിന് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ പ്രോസും കോൺസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുക ദെൻ പ്രയോറിറ്റൈസ് ദ സൊല്യൂഷൻസ് നമ്മൾ ഏതൊരു ചാർട്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് പ്രയോറിറ്റൈസിങ് ദ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ദിവസത്തില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇല്ലേ അതില് ഒരു പല കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാം പലതും നമുക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം പലതും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യാം അല്ലേ ഇറ്റ്സ് സിംപ്ലി ദ പ്രയോറിറ്റൈസിങ് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ലാസ്റ്റ് ചെയ്യേണ്ടത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷൻസിനും ഒരു പ്രയോറിറ്റൈസിങ് സൊല്യൂഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ ഏത് ഏത് പ്രോബ്ലത്തിനാണ് നമ്മൾ ഫസ്റ്റ് സൊല്യൂഷൻ കൊടുക്കേണ്ടത് ഏതിനാണ് നമ്മൾ ലാസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു എൻകറേജ്മെന്റിലൂടെ നല്ലൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നല്ലൊരു എന്താണ് നല്ല ബെസ്റ്റ് ഒരു ഇന്റർപ്രിട്ടേഷൻസിലൂടെ നമുക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും and solution application and termination നമ്മൾ ആ ഇമ്പാർട്ട് ചെയ്ത നമ്മൾ സജസ്റ്റ് ചെയ്ത സൊല്യൂഷൻ ക്ലയൻറ്റിനോട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് just look what all the changes that coming to occur within next week അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു സൊല്യൂഷൻ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം അതിന്റെ ഒരു പ്രോസും കോൺസും അതിന്റെ ഒരു വാലുവേഷൻ ഒക്കെ നടത്തിയതിനു ശേഷം അത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് പ്രോസസ് എന്താണ് വി ആർ ജസ്റ്റ് ഓക്കെ അപ്പോ ഇറ്റ് ഈസ് എൻ എന്താണ് ഒരു ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന കാര്യമല്ല ഒരു സെഷൻ കൊണ്ട് നടക്കുന്നതല്ല രണ്ട് സെഷൻ കൊണ്ട് നടക്കുന്നതല്ല ഒരു ക്ലയന്റിനെ അതേപോലെ ആക്സെപ്റ്റ് ചെയ്ത് റിസീവ് ചെയ്ത് കൗൺസിലറിന്റെ അത്രയും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ എടുത്ത് ഗോൾസ് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരുപാട് സ്റ്റേജസിൽ കൂടെയാണ് ദ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടെർമിനേഷൻ പ്രോസസ്സിലോട്ട് എത്തുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടോ ആർക്കെങ്കിലും ടെർമിനേഷൻ നമുക്ക് രണ്ട് രീതിയിൽ സാധാരണ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ ടെർമിനേഷൻ പറയുന്നത് ഒന്ന് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി എന്നുള്ള രീതിയിലാണെങ്കിൽ കൗൺസിലറും ക്ലയന്റും ഇനീഷ്യലി ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് ടെർമിനേഷൻ പ്രോസസ്സ് വൈൻഡപ്പ് ചെയ്യാം രണ്ടാമത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ ഇൻ കേസ് ഇപ്പൊ ചിലപ്പോ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള സൊല്യൂഷൻസ് അവിടെ നടന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൗൺസിലറിനോ കൗൺസിലേക്കോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകേണ്ടതായിട്ട് വരെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ടെർമിനേഷൻ സംഭവിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സോ എന്തെങ്കിലും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്താലും without solving that particular problem terminations occur ചെയ്യാം അപ്പൊ ടെർമിനേഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കിട്ടിയതിന് ശേഷം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് സൈനിങ് പ്രോസസ്സിലൂടെയൊക്കെയാണ് ടെർമിനേഷൻ നടത്താറുള്ളത് അല്ലാത്ത കേസുകളും ഉണ്ടാകാം അപ്പൊ നമ്മൾ ഒരു രണ്ട് സെഷൻ കഴിഞ്ഞിട്ട് തേർഡ് സെഷനിൽ ക്ലയന്റ് വന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ ടെർമിനേഷൻ നടന്നില്ലേ മിസ്സേ നമ്മളിപ്പോ അവിടെ ടെർമിനേഷൻ എന്നുള്ള വാക്കല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യുക നമ്മൾ അവിടെ ഒരു എന്താണ് പിന്നീട് അവർ സെയിം കേസ് ആയിട്ട് ചിലപ്പോ ഒരു മാസം കഴിയുമ്പോൾ വരും അല്ലേ അപ്പോൾ നമ്മൾക്ക് ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആണ് അവിടെ സംഭവിക്കുന്നത് പിന്നെയും ആ സെഷൻസ് നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും ചിലപ്പോ ഫസ്റ്റ് തൊട്ടേ ചിലപ്പോ ഒരു രണ്ട് മൂന്ന് സെഷൻസിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും രീതിയിലൊക്കെ പിന്നെ ഒരു ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ഒന്നും ക്ലയന്റ് ആ ഭാഗത്തേക്കേ വരില്ല എന്നിട്ട് പിന്നെ എങ്ങനെയാ വരുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പിന്നെ അവിടെ വരാൻ സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ അതേപോലെയും നമുക്ക് ടെർമിനേഷൻ പോലെ തന്നെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ടെർമിനേഷൻ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ആരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ നിർത്തുന്നത് റെസൊല്യൂഷൻ എന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഐദർ കൗൺസിലർ അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അത് വൈൻഡ് അപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതൊരു ഡ്രോപ്പിംഗ് സിസ്റ്റം ആണ് അവിടെ വരുന്നത് വീണ്ടും അത് ഓഫർ ചെയ്യാനുള്ള ഒരു സ്റ്റേജിലോട്ടാണ് അത് പോകുന്നത് ഓക്കെ അപ്പോ സെക്കൻഡ് യൂണിറ്റ് പറയുന്നത് individual and group techniques in counselling and guidance ആണ് ഇതില് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള കൊഗ്നേറ്റീവ് കൗൺസിലിംഗ് ആണ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ അപ്രോച്ചസ് എന്താണ് കൊഗ്നേറ്റീവ് കൗൺസിലിംഗ് ഏതൊക്കെയാണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പ്രോസസ്സ് എന്താണ് group counselling process group leaders of different theoretical stands ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള ഒരു അപ്രോച്ചസിലൂടെയാണ് കൗൺസിലിംഗ് സെഷൻസ് കൊണ്ടുപോകുന്നത് ഇതില് പല രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള അപ്രോച്ചസ് എന്ന് പറഞ്ഞത് സൈക്കോഡൈനാമിക് അപ്രോച്ചസ് ഉണ്ട് ലൈക്ക് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോഡ് അല്ലെങ്കിൽ അഗ്ലേറിയൻ കൗൺസിലിംഗ് ആണ് which aims to developing clients insight into his or her unconsciousness ആ ഒരു വ്യക്തിയുടെ ഒരു അൺകോൺഷ്യസ് ലെവലിലോട്ട് ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ച് ഉണ്ട് അഫക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഇമോഷൻസിനെ കുറച്ചും കൂടി ഒരു ചേഞ്ചസ് വരുത്തുന്ന രീതിയിലുള്ള അപ്രോച്ചാണ് എഫക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു അഡാപ്റ്റീവ് ലെവലുള്ള ബിഹേവിയേഴ്സ് ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് behavioural type of counselling sessions പ്രാധാന്യം കൊടുക്കുന്നത് ഓഫ് കോഴ്സ് കൊഗ്നേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ കൊഗ്നേറ്റീവ് അപ്രോച്ചസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തിങ്കിങ് പാറ്റേണും അതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബിഹേവിയേഴ്സോ ഫീലിംഗ്സിലോ ചേഞ്ചസ് വരുത്തുന്ന ഒരു ആസ്പെക്ട് ആണ് കൊഗ്നേറ്റീവ് സെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്ര പ്രധാനമായിട്ടും ഈ ഒരു സെക്ഷൻസിലാണ് ഈ ഒരു ആസ്പെക്ട്സിലാണ് കൗൺസിലിംഗ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം സൈക്കോ ഡൈനാമിക് അപ്രോച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്ന സൈക്കോ അനാലിസിസ് സിഗ്മൺ ഫ്രോഡ് എക്സ്പ്ലെ കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു അപ്പൊ അതില് ഇൻട്രാസൈറ്റിക് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ലൈക്ക് ഡ്രൈവ്സും മോട്ടീവ്സ് അല്ലെങ്കിൽ ഇമ്പൾസസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രാസെറ്റിക് കോൺഫ്ലിക്റ്റിലൂടെയാണ് ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരു അൺകോൺഷ്യസ് ലെവലിൽ കിടക്കുന്ന അൺറിസോൾവ്ഡ് ആയിട്ടുള്ള നീഡ്സോ വിഷസോ കോൺഫ്ലിക്റ്റോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈക്കോഡൈനാമിക് അപ്രോച്ചസില് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മളോട് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ കൗൺസിലറിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to encourage the clients to talk whatever comes to their mind especially childhood experiences അത് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് അവരെടുത്തത് ട്രാൻസ് വീണ്ടും അതൊന്ന് ടോക്ക് ചെയ്യാൻ പറയുന്നത് ഒരു ട്രാൻസ്പെറൻസ് എൻകറേജ് ചെയ്യുന്നു അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസിനെ പ്രോബ്ലംസിനെ ഇമോഷൻസിനെയാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റിയുടെ ഒരു റീസ്ട്രക്ചറാണ് സൈക്കോഡൈനാമിക്കിന്റെ ഗോൾ ആയിട്ട് പറയുന്നത് കാരണം എന്താണ് നമ്മൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനെ അല്ല നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് ഓൾറെഡി മുൻപ് പാസ്റ്റ് ലൈഫിൽ നടന്ന ഒരു അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെയാണ് അവിടെ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത് so it results in the entire changes of the personality of the client അപ്പൊ അതുകൊണ്ട് അതൊരു ത്രെട്ടനിങ് സിറ്റുവേഷനും ആണ് അതേപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ ഒരു ഒരു പേഴ്സണാലിറ്റി റീസ്ട്രക്ചറിങ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഒരു സ്ട്രെങ്തനിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾസ് ഇൻഡിവിജ്വൽസിന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിനവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്രീ അസോസിയേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫ്രീ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റിന് എന്താണോ അവരുടെ മൈൻഡിൽ പറയുന്നത് അത് റേഷണൽ ആയിരിക്കാം പെയിൻഫുൾ ആയിരിക്കാം സില്ലി ആയിരിക്കാം വാട്ടവർ എന്താണ് അവർക്ക് പറയാനുള്ളത് അത് നമ്മൾ കേൾക്കുക അവർ പറയാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടോ പ്രത്യേകിച്ച് ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു അൺകൺസേൺ ആകാത്ത രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അത്രയും ഒരു കൺസേൺ കൊടുത്തുകൊണ്ട് അവർ കേൾക്കുക and analyst attempt to help clients work through their resistance എങ്ങനെയാണ് നമുക്കതൊരു ക്ലയൻറ്റിന് ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കുക to give them better insights on the hidden dynamics അവരുടെ പ്രോബ്ലത്തിന് ആ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസിന് ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു സൊല്യൂഷൻസ് കാണാനായിട്ട് ശ്രമിക്കുന്നു അതാണ് ഫ്രീ അസോസിയേഷനിൽ നടത്തുന്നത് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാണ് ഡ്രീം അനാലിസിസ് ഡ്രീം അനാലിസിസിൽ ഒരു ഫുൾഫിൽ ചെയ്ത് റിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്യാത്ത ഡ്രീംസ് ഒക്കെയാണ് അൺകോൺഷ്യസ് മൈൻഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് വരുന്നത് അപ്പൊ ഡ്രീംസ് എന്ന് പറയുന്നത് ഒരു ലേറ്റന്റ് തോട്ട്സും മാനിഫെസ്റ്റ് കണ്ടന്റ് ആണെന്നാണ് പറയുന്നത് dreams are made by latent thoughts and manifest content അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത്ര ചെറിയ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആണ് മാനിഫെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ദ ക്ലയൻസ് റിപ്പോർട്ട്സ് ക്ലയൻസ് പറയുന്നതാണ് manifest content latent content is a unconscious meaning of the dream അതായത് നമ്മളൊരു കാര്യം പറയുന്നു അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് പക്ഷെ ലേറ്റ് ലേറ്റിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഡ്രീമിന്റെ ആ വ്യക്തി കണ്ട സ്വപ്നത്തിന്റെ ഒരു അൺകോൺഷ്യസ് മീനിങ് എന്താണ് ആ അൺകോൺഷ്യസ് മീനിങ്ങിലായിരിക്കും ചിലപ്പോൾ അവരൊരു അൺറിസോൾവ്ഡ് കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചൈൽഡ് കൂടിൽ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ആ നെഗറ്റീവ് എക്സ്പീരിയൻസിനെയാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് and the therapist work to uncover the uh, dream through dream interpretations ആ ഡ്രീം ഇന്റർപ്രിട്ടേഷൻസിൽ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് അപ്രോച്ച് ചെയ്യുന്നത് ഒന്ന് as a client associate the elements of the dream in order in which they occurred ആ ഒരു ഡ്രീമിൽ അവർക്ക് എത്രമാത്രം അതിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പ്രോബ്ലത്തിനോട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് പർട്ടിക്കുലർ ഡ്രീം എലമെന്റിനെ ആണോ ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുന്നത് then disregard the content of the dream ask the what events of of previous previous could be associated with the dream dream എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒന്നും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല അവര് അവരുടേതായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ നമ്മളെടുത്ത് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിൽ നിന്നാണ് ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഡ്രീമിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് it takes a long process ആണ് ഒരുപാട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് psychodynamic process of counselling എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആദ്യകാലങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടും analysis of transference transference occur ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉള്ളത് കൊണ്ടും ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് it's a displacement of feelings towards others അതിനെയാണ് നമ്മൾ ട്രാൻസ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലയന്റിന് ചിലപ്പോൾ തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറിനെ ആ ക്ലയന്റ് ഏറ്റവും കൂടുതൽ ഒന്നുകിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കൗൺസിലറിനെ കാണാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഉണ്ടായിരിക്കും അതായത് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലറിന് ക്ലയന്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്മെന്റോ തോന്നുന്ന ഒരു സിറ്റുവേഷൻ അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷൻസും ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോനാലിറ്റി പെർസ്പെക്റ്റീവിൽ വരാനുള്ള സാധ്യത കൂടുതലും ആണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറൻസ് ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പലപ്പോഴും ഒരു പ്രോബ്ലത്തിലോട്ട് ലീഡ് ചെയ്യാനായി സാധ്യത ഒരു റിലീസാണ് എന്താ പറയാ ഒരു പരിധി വരെ കൗൺസിലർ അഡ്മിറ്റ് ചെയ്യും ട്രാൻസ്പെറൻസ് ഒക്കർ ചെയ്യുന്നതിന് വേണ്ടി കാരണം നമ്മളൊരു റോൾ ആക്കി വെച്ച് ആരോടാണോ ദേഷ്യമുള്ളത് ആ ദേഷ്യം നമ്മളടുത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്പെറൻസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വരെ അത് അനലിസ്റ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഇപ്പൊ പറഞ്ഞ നമ്മൾ ഒരു ചിലപ്പോൾ ചില സെഷൻസ് ഒക്കെ ചില കേസുകളൊക്കെ വർഷങ്ങൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നീണ്ടു നിൽക്കും ആ എക്സിസ്റ്റഡ് ആകും തോറും ഈ ട്രാൻസ്പെറൻസ് ഒരു ഹൈറ്റൻഡ് ഒരു എക്സ്ട്രീമിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും then analysis of resistance resistance occurs when the client become reluctance to bring unconscious or repress the thoughts to the surface and explore them അപ്പോൾ ഒരു എന്താ പറയുക ഒരു ക്ലയൻറ്റിന് ഒരു താല്പര്യമില്ലായ്മയോ അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരിക തോട്ട്സിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്സിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിരിക്കുക ലേറ്റ് ഫോർ അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസ് ഇങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ റെസിസ്റ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസിനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഒരു എന്താ പറയുക കൗൺസിലർ ക്ലയന്റും തമ്മിൽ ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ഹാൻഡ് പെർസ്പെക്റ്റീവിൽ വരാനുള്ള സാധ്യതയുണ്ട് വിത്ത് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് എങ്ങനെയാണോ ക്ലയന്റിന്റെ തോട്ട്സും ഫീലിംഗ്സും ആക്ഷൻസും ഒക്കെ കുറച്ചും കൂടി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന് അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റ്സും പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും അതിനെ കുറച്ചും കൂടി ഒരു ഇന്റർപ്രിട്ടേഷൻസിലോട്ട് കൊണ്ടുവന്ന് അവരുടെ ആൻസൈറ്റിയോ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സോ അവരുടെ പ്രോബ്ലംസോ റിവീൽ ചെയ്യുക റിലീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന സൈക്കോഡൈനാമിക് സെഷൻസിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അപ്രോച്ചാണ് എഫക്റ്റീവ് അപ്രോച്ചസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് അപ്രോച്ചസിൽ ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പിയാണ് അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ജസ്റ്റാൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജർമ്മൻ ടേം ആണ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹോൾ അല്ലെങ്കിൽ ഹോൾ ഫിഗർ എന്നാണ് മീനിങ് ആയിട്ട് പറയുന്നത് അപ്പൊ ഇതില് ഇറ്റ് ഈസ് എൻ എക്സിസ്റ്റൻഷ്യൽ ഒരു എക്സ്പീരിയൻഷ്യൽ ഫോം ഓഫ് കൗൺസിലിംഗ് ആണ് അതായത് അറ്റ് പ്രസന്റ് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു experience in the present moment പാസ്റ്റിനെ പറ്റിയിട്ടോ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു കൺസിഡറേഷൻസും ഒന്നും അവിടെ ഇല്ല മറിച്ച് ജസ്റ്റാൾട്ട് തെറാപ്പിയില് ജസ്റ്റാൾട്ട് കൗൺസിലിംഗില് they are on the present situation okay then uh, they give importance to one's relationship to the നമ്മൾ ഇപ്പോൾ പ്രസന്റ്ലി ഇരിക്കുന്ന നമ്മളുടെ കൾച്ചർ എന്താണ് ബിലീവ്സ് എന്താണ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രസന്റ് മൊമെന്റ് എങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊക്കെ ഇഗ്നോറന്റിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് and they are focusing on the present moment that is now now is given the more important അപ്പൊ ആ നൗ ഇത്രയും കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടി കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സ് ക്ലയൻറ്റിനെ കൊണ്ടുവരികയും എന്താണ് പ്രസന്റ് സിറ്റുവേഷനെ എങ്ങനെ ലൈവ്ലി ആക്കാം എങ്ങനെ ചോയ്സസ് എടുക്കാം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് പ്രോബ്ലത്തിന് ഒരുപാട് ചോയ്സസ് ഉണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്താൽ മാത്രം പോരാ എന്താണ് നമ്മൾ ചൂസ് ചെയ്തത് അതിന്റെ full responsibility freely experiencing and expressing emotion full responsibility ആർക്കാണ് ചൂസ് ചെയ്ത വ്യക്തിക്കാണുള്ളത് അപ്പൊ എന്താണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ full responsibility emerge in that individual itself അപ്പൊ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ് അതായത് നമ്മൾ മുൻപേ ചെയ്ത് തീർക്കാൻ സാധിക്കാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനെ പറ്റിയിട്ടുള്ള ടെൻഷൻസോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു വറീസോ അല്ല നമുക്ക് വേണ്ടത് അറ്റ് പ്രസന്റ് നമുക്ക് എത്രമാത്രം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഫീച്ചറിലാണ് ജസ്റ്റാൾട്ട് സെഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള ഫീലിങ്സും എക്സ്പ്രസ് uh, ചെയ്യാൻ സാധിക്കാതിരുന്ന പല രീതിയിലുള്ള പ്രോബ്ലംസും ഒക്കെ ജസ്റ്റ് അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡീലിങ്സ് ആണ് അവിടെ നടക്കുന്നത് അതിൽ റോൾ ഓഫ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ to promote the clients exploration of what is needed in order to grow as it is believed that the clients ultimately change through their own activities പാസ്റ്റിൽ നടന്ന കാര്യങ്ങളല്ല അറ്റ് പ്രസന്റ്ലി എന്തൊക്കെ കാപ്പബിലിറ്റീസ് ആണ് ക്ലയന്റിനുള്ളത് ആ ക്ലയന്റിന്റെ കാപ്പബിലിറ്റീസിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഓറിയന്റഡ് പ്രോസസ്സ് ക്ലയന്റിന് കൊടുക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കൗൺസിലർ ക്ലയന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് കുറച്ച് സെവറൽ റൂൾസ് പറയുന്നുണ്ട് ഫസ്റ്റ് വൺ പറയുന്നതാണ് I and thou rules the principle of now ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നതാണ് principle of now always using the present tense at presently എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്താണ് ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇമോഷൻസ് എന്താണ് ഇപ്പൊ എന്താണ് ചിന്തിക്കുന്നത് then I and thou it's always addressing someone directly instead of talking about him or her to the counsellor അതായത് നമ്മളിപ്പോ അവൻ അവൾ എന്നുള്ളത് പറയാതെ ഞാൻ എന്നുള്ള വ്യക്തി അങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരത്തിന് അവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നു the use of I substituting the word I for especially when talking about the body അപ്പൊ നമ്മളുടെ ബോഡിയിലായാലും നമ്മളുടെ പല ഇമോഷൻസിനായാലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ് ഞാൻ എന്നുള്ള വ്യക്തിനെയാണ് and use of awareness continue focusing on how and what rather than why നമ്മൾ കാരണങ്ങളെയല്ല അവിടെ അന്വേഷിക്കുന്നത് എങ്ങനെ എപ്പോ എന്ത് എന്നുള്ള പ്രസന്റ് ക്വസ്റ്റ്യൻസിനെയാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് not at all focusing on the past issues as have in in perspective and the conversion of question a question, asking to to convert to statements അപ്പോൾ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാനുള്ള ഒരു പ്രോസസ്സാണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് മാം uh, ഈ കൺവേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ അവര് പറയണേ എന്തിനെ ഇങ്ങനെ ആയി എനിക്ക് എന്ന് ചോദിക്കുന്നതിന് പറ അവര് അവരെ കൊണ്ട് അത് oh that was the reason I become like ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കാം അതാണോ മനസ്സിലാക്കിപ്പിക്കുന്നത് നമ്മൾ അതെ അതെ അതെ അവരിപ്പോ നമ്മളിപ്പോ എപ്പോഴും അവരിങ്ങനെയാണ് എനിക്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയായത് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയായത് അപ്പൊ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അതൊരു ഡിപ്രസ്ഡ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവരെപ്പോഴും ഇങ്ങനെ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇന്ന കാര്യം ഇഷ്ടമല്ല സോ അത് അങ്ങനെയായി അപ്പോ അവര് ഞാൻ എന്നുള്ള വ്യക്തി എന്ന് മാത്രം പറയല്ല സ്റ്റേറ്റ്മെന്റ് മാത്രം ഉണ്ടാക്കല്ല they are giving the choice of the responsibility okay അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവരുടെ ചോയ്സസിന് അവരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പോ അവരുടെ ചേഞ്ചിന് ആരാ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അവർ തന്നെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സോ ദ മേക്ക് ചേഞ്ചസ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സും അവരുടെ ഫീലിങ്സും നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത്തരത്തില് ഉള്ള റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ജസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് ഫോക്കസ് ചെയ്യുന്നത് പ്രസന്റ് സിറ്റുവേഷനെയാണ് അവിടെ നോക്കുന്നത് ആൻഡ് അവർ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ existential encounter between people out of which clients tend to move in certain directions അപ്പൊ കുറച്ചും കൂടി ഒരു existentialism I am here because I have the responsibility to here to be here or I have the ability to be here അല്ലെങ്കിൽ I have the awareness to be here അപ്പൊ അങ്ങനെ ഒരു പ്രസന്റ് മൊമെന്റിനെ സെൻസ് ചെയ്യാനും പ്രസന്റ് മൊമെന്റിനെ ഫീൽ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് പ്രസന്റ് ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യാനും ഉള്ള ഒരു കപ്പാസിറ്റിയിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഗോൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് not to sink into the future or past experience so gradually the individual become more aware about their senses learn to accept responsibility what they do including accepting the consequences of their action and therapeutic relationship help clients resolve the past past എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ടെർമിനോളജിയാണ് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നത് in order to become integrated നമ്മൾ ഇപ്പോഴും അങ്ങനെയാണ് അല്ലെ പലപ്പോഴും ഞാൻ കഴിഞ്ഞിട്ട് അത് ചെയ്തില്ല അത് ചെയ്ത് മോശമായി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തോട്ട്സ് ആണ് പലപ്പോഴും വ്യക്തികളെ പ്രസന്റ് സിറ്റുവേഷൻസ് നിന്ന് ഡിറ്റാച്ചഡ് ആക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു അൺഫിനിഷ്ഡ് ബിസിനസ്സിനോട്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല പകരം എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നത് presently what I am doing presently what I am taking off അതിനെ അവർ കൂടുതൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പ്രസന്റ് സെൻസിനെ അവെയർ ആക്കുക എന്നുള്ളതാണ് ഗോൾ ആയിട്ട് പറയുന്നത് അവരതിൽ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് become aware of the present situation അതിനെയാണ് അവർ കൂടുതലായിട്ടും പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സിൽ ഒന്നാമത്തെയാണ് ഡ്രീം വർക്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡ്രീം വർക്ക്സ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോനാലിസിസ് പോലെ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യല്ല ചെയ്യുന്നത് നേരെ മറിച്ച് അവരുടെ സെൽഫിനെ ഒരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഡ്രീം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ some kind of unfinished business അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾക്ക് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു അൺഫിനിഷ്ഡ് ബിസിനസ്സിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രസന്റ്ലി നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീംസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സജഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തത് എം ടി ചെയർ ടെക്നിക്ക് അത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും ഒരു പാസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും ആക്ട് ചെയ്യുന്നു ഒരു ചെയർ എന്റെ മുമ്പിലുണ്ട് ആ ചെയർ ഒരു ഒരു സമയത്ത് ഞാനൊരു ഡോമിനന്റ് വ്യക്തിയായിരിക്കും ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് ഞാൻ എന്തിനെ ഇങ്ങനെ ചെയ്ത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും അപ്പോൾ നേരെ മറിച്ച് എൻ്റെ ഒരു വേറൊരു പാർട്ട് ഉണ്ട് അതിന് നമ്മൾ പാസീവ് പാർട്ട് എന്ന് പറയും അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും the client simply talk to an empty chair considering it to be a representative of one part of the self okay അത് പറഞ്ഞതിന് ശേഷം the client may switch from chair to chair as a representation of different parts of personality അപ്പൊ കുറച്ചു നേരം നമ്മൾ ഒരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിക്കും ആ സമയത്ത് നമ്മളൊരു പാസീവായിട്ട് ലിസൺ ചെയ്യും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ഇറാഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റാഷണലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു അതൊരു ചെയർ എം ടി ചെയറിൻ്റെ ഉള്ള ഒരു ടെക്നിക്കിലൂടെ ക്ലയന്റിനെ ചെയറിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിർത്തുന്നു നമ്മൾ പറയാനുള്ളത് ആ എം സി ചെയറിലോട്ട് നോക്കി നമ്മൾ പറയുന്നു അതിനുശേഷം എന്താ പറയാ നമുക്ക് അതിന് റിസൾട്ട് വേണമല്ലോ അല്ലെങ്കിൽ അതിനൊരു ഫീഡ്ബാക്ക് വേണമല്ലോ അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് അതിന്റെ സൊല്യൂഷൻസ് പറയാനായിട്ട് ശ്രമിക്കുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു എക്സസൈസിലൂടെ നമ്മുടെ ചിന്തകളിൽ റാഷണൽ ആയിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോന്നും ഇറാഷണൽ ആയിട്ടുള്ള ചിന്തകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും നമ്മൾക്ക് തന്നെ ഐഡന്റിഫിക്കേഷൻ നടത്താൻ സാധിക്കുന്നു ഓക്കെ അതാണ് എം ടി ചെയർ ടെക്നിക് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് confrontation counsellors point out the clients incongruent behaviour and feelings incongruency എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ difference between ideal self and real self അതായത് ഞാൻ എന്നുള്ള വ്യക്തി എങ്ങനെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് ആക്ച്വലി ഞാൻ എങ്ങനെയാണ് എന്നുള്ള ഒരു ഭാഗവും അവിടെയുണ്ട് ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ഇൻകോൺഗ്രുവൻസി അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ചേരായ്മ എനിക്ക് ഇഷ്ടമാണ് ഇന്ന ബിഹേവിയർ ചെയ്യാൻ പക്ഷെ ഞാൻ പലപ്പോഴും ആ ബിഹേവിയർ അല്ല ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബിഹേവിയറിലെ ഒരു എന്താണ് ഒരു ചേർച്ചയില്ലായ്മയുണ്ട് അല്ലെ ഇൻകോൺഗ്രുവൻസ് ആണെന്ന് പറയും നേരെ മറിച്ച് എന്റെ ബിഹേവിയർ ഇങ്ങനെയാണ് ഞാൻ അതേപോലെ തന്നെയാണ് ആകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കോൺഗ്രുവൻസി ഉണ്ട് കുറച്ചും കൂടി ഒരു അടുപ്പുണ്ട് നമ്മളുടെ എക്സ്പെക്ടേഷനും നമ്മുടെ റിയാലിറ്റിയും തമ്മിൽ അപ്പൊ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് കോൺഫ്രണ്ടേഷൻ മാം ഇത് is it like accepting self as I am അതാണോ ഇത് സംഭവം ആ യെസ് അതെ സെൽഫ് തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് യെസ് അതെ അതെ ടു ദ അവരെന്താണോ അതായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക അതെ അതെ അതെ അതെ അത് പഠിപ്പിക്കുന്നതിന് മുൻപ് ഉള്ള ഒരു സ്റ്റേജ് ആണ് ഈ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെ ഒരു ഇൻകോൺഗ്രുവൻസ് ഉണ്ടായിരിക്കും നമ്മൾ ചില സിറ്റുവേഷൻസിലൊക്കെ ഓ വേണ്ടായിരുന്നു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത് ആക്ച്വലി അങ്ങനെയല്ല അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻകോൺഗ്രുവൻസ് ഉണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ റിയാലിറ്റിയും അപ്പോഴാണ് നമുക്ക് ആ ഇൻകോൺക്രൻസ് സിറ്റുവേഷൻ വരുമ്പോഴാണ് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ ബട്ട് വെറാസ് ആ ആ ഒരു ഇൻകോൺക്രൻസ് സിറ്റുവേഷൻ മാറ്റാനാണ് they are asking to use what and how അപ്പൊ നമ്മൾ ആ വാട്ട് ആൻഡ് ഹൗ തോട്ട് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ you will get instead of thinking why you will get an answer to why no all this why ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടും is that the process which there explain okay thanks okay അപ്പൊ ക്ലിയർ uh, ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ കുറേ കൂടി ഇങ്ങനെ ഒരു ഡീപ്പർ ലെവലിലോട്ടല്ല അറ്റ് പ്രസന്റ്ലി എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാം പിന്നെ പറയുന്ന ഒരു ടെക്നിക്കാണ് മേക്കിംഗ് ദ റൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഒരു ഗ്രൂപ്പിൽ ഫേസ് ടു ഫേസ് ആയിട്ട് കുറെ പേര് നിന്നിട്ട് അവരുടെ അടുത്ത് ഫോർ എക്സാമ്പിൾ പറയാണ് ക്ലയന്റ് പറയാണ് I can't stand any more അപ്പോൾ then the client is instructed to say the sentence to each individual in the group adding some remarks about each group member ഓരോ ഗ്രൂപ്പിലെ ഓരോ മെമ്പറിന്റെ അടുത്തും ഈ ഒരു വേർഡ് പറഞ്ഞ് അതേപ്പോ ആ വേർഡ് പറഞ്ഞതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും ഒരു റിമാർക്സ് അവിടെ പറയാം like the round exercise is very നമ്മൾ എന്താണ് ഒരു പോസിറ്റീവായിട്ട് ഒരു ഫീലിംഗ് ഉണ്ട് അതായത് my leg is pain so I can't stand any more അപ്പൊ അതുവഴിയായിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കാത്തത് അപ്പോ ആ കാ എന്താ പറയാ ആ ഒരു സ്പെസിഫിസിറ്റി നമുക്ക് അവിടെ ഇന്നർ ഫീലിങ്സ് അവിടെ കുറച്ചും കൂടി അവെയർ ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബിഗ്ഗർ സ്റ്റേറ്റ്മെന്റിലോട്ടാണ് പോകുന്നത് എനിക്ക് സാധിക്കില്ല എനിക്ക് പറ്റില്ല എന്നെ കൊണ്ടാവില്ല എന്നുള്ളത് ആ ബിഗ്ഗർ സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാതെ നമ്മൾ എന്താണോ ഇപ്പൊ പ്രസന്റ് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇന്നർ ഫീലിങ്സിനെ കുറച്ചും കൂടി അവെയർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഒരു ആയിട്ട് ഒരു വെർബാറ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആണ് മേക്കിംഗ് ദ റൗണ്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗ്രൂപ്പിലാണ് നമ്മളത് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് ദെൻ പിന്നെ പറയുന്നതാണ് ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി അതായത് പലപ്പോഴും ഒരു എന്തെങ്കിലും ഒരു ബിഹേവിയറോ എന്തെങ്കിലും ഒരു ഫീലിങ്സോ നടന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാണ് I take the responsibility I take the responsibility for it അപ്പൊ കുറച്ചും കൂടി ഒരു പെർസെപ്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് സാധിക്കും ആ ക്ലയന്റിന് തന്നെ ഒരു ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും then loosening and integrating techniques ചില സമയങ്ങളിലൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് ഉണ്ടായിരിക്കും ചില സമയങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒരു ഡിപ്രസീവ് അല്ലെങ്കിൽ ഒരു ഡിനയൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യാം പലപ്പോഴും uh, just uh, the technique is ask the patient to imagine the opposite of whatever is believed to be true. Okay അപ്പൊ അവരുടെ അടുത്ത് uh, അങ്ങനെ ആയിരുന്നില്ല നമ്മളിപ്പോ ചിലപ്പോ ചോദിക്കില്ലേ ഇമാജിൻ ചെയ്യാൻ പറയും സപ്പോസ് ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും uh, അല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുക അപ്പൊ പലപ്പോഴും ആ ഇൻവോൾവ് എന്താ പറയാ ആ സിറ്റുവേഷനിൽ ഇൻവോൾവ്ഡ് ആയിക്കൊണ്ടും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടും നമ്മളെ അതിൽ കൂടെ കുറെ കൂടി ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടെക്നിക്കാണ് ലൂസണിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയുന്നതാണ് റോൾ പ്ലേയിങ് ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റിയാക്ട് ചെയ്യുക ഇപ്പോൾ ഇവരെ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ രണ്ട് മണിക്കാണ് നിങ്ങൾ വീട്ടിൽ വന്നത് അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ചിലപ്പോൾ അതിന്റെ ബേസിലായിരിക്കും ഒരു കാരണം അവിടെ ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ നമ്മൾ പറയുന്നത് സപ്പോസ് യു ആർ മദർ നിങ്ങളാണ് അമ്മയുടെ സ്ഥാനത്ത് എങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും അപ്പൊ അതേപോലെ ഓരോ സിറ്റുവേഷൻസ് നമുക്ക് എവിടെയാണോ ആ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു ഇൻകോൺഫിഡൻസ് അവിടെ ഉണ്ടാകുന്നത് ആ സിറ്റുവേഷനിലെ നമ്മളായി കണ്ട് ഒരു റോൾ പ്ലേ നടത്തിക്കൊണ്ട് നമ്മൾ റിയാക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക ദെൻ എനാക്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the patient is asked to put feelings or thoughts into action നമുക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ജസ്റ്റ് ക്രൈറ്റ് ഓക്കെ ഒരു അനാക്ട്മെന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുക അപ്പൊ അത്തരത്തിലുള്ള ഒരു അനാക്സിമെന്റിലൂടെ ഇറ്റ്സ് എ ഫോം ഓഫ് കപ്പാസിറ്റിസും കൂടിയാണ് അപ്പൊ അതിലൂടെ ആ ഒരു അവയർനെസ് നമ്മൾക്ക് ഇൻക്രീസ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു അനാലിസിസ് കൊണ്ടുവരാൻ സാധിക്കും നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും സ്പെഷ്യൽ ഇമോഷൻസ് റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പറയുന്നതാണ് may I feed you a sentence എന്നുള്ള ഒരു technique the counselor who is aware that certain implicit attitudes or messages are implied in whatever the client is saying, ask if the client will say a certain sentences provided by the counselor that make the client through explicit. അതായത് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ഇൻസൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കുറച്ചും കൂടി നമ്മൾക്ക് കുറച്ച് അതിന് ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ക്ലയന്റിനോട് പറയാനായിട്ട് പറയാം ഇപ്പൊ ഇത്രയും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത്രയും ഇഷ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് തോന്നുന്നത് എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഇവാലുവേഷൻ നിങ്ങൾക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി കൂടിയും കൗൺസിലറിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഭാഗത്തു ഒരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത് പല രീതിയിലുള്ള ടെക്നിക്സ് ആണ് അത് ഓരോ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ ടെക്നിക്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് behavioural counselling behaviour counselling learning പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും മാലഡാപ്റ്റീവ് ബിഹേവിയറിനെ അഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ് സോഷ്യൽ ലേണിംഗ് തിയറീസും കണ്ടീഷനിങ് പ്രോസസ്സൊക്കെ വഴിയായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇതിൽ മാൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ who failed to attire competencies required ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ നടത്താനായിട്ട് സാധിക്കാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും അതേപോലെ തന്നെ റീഎൻഫോഴ്സ്മെന്റ്സ് അത്രയും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്ത വ്യക്തി ഇതൊക്കെയാണ് ഒരു മാലഡ്ജസ്റ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബിഹേവിയർ പെർസ്പെക്റ്റീവ് പൊതുവെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ട് ഓപ്പറന്റ് കണ്ടീഷനിങ് ബേസ് ചെയ്തിട്ടോ സോഷ്യൽ ലേണിംഗ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചസ് ആയിരിക്കും ബിഹേവിയർ കൗൺസിലിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ goals of role of the counsellor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റിന്റെ ലേണിംഗ് പ്രിൻസിപ്പിൾസിനെ അല്ലെങ്കിൽ അവരുമായി ബിഹേവിയറിനെ അതേപോലെ തന്നെ ഒരു കൗൺസിലർ എപ്പോഴും ഒരു അഡ്വൈസർ ആയിരിക്കാം റീൻഫോഴ്സർ ആയിരിക്കാം ഫെസിലിറ്റേറ്റർ ആയിരിക്കാം അപ്പം ഇങ്ങനെയുള്ള പല മെത്തേഡ്സിലൂടെയും ക്ലയന്റിന്റെ ബിഹേവിയറിന് സൊല്യൂഷൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് and the goal to modify or eliminate maladaptive behaviour and help clients to acquire productive behaviour use ചെയ്യുന്ന ടെക്നിക്കാണ് കോമ്പറ്റൻസി മാനേജ്മെന്റ് എന്ന് പറയും അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിഹേവിയർ നമുക്ക് മാറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ബിഹേവിയർ പെർഫോം ചെയ്താൽ നമുക്ക് റിവാർഡ് കൊടുക്കാം അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് കൊടുക്ക എത്തിയിട്ടുണ്ടെങ്കിൽ റിവാർഡ് കൊടുക്കുക അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അങ്ങനെ ഒരു കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞ് വരുന്നതിനനുസരിച്ച് ആ ബിഹേവിയർ അവിടെ സ്റ്റേബിൾ ആകാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത് പറയുന്നതാണ് ടോക്കൺ എക്കോണമി ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് അവിടെ കൊടുക്കുന്നത് അതായത് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ചെയ്തതിന് നമ്മൾ ഒരു ടോക്കൺ കൊടുക്കുന്നു ആ ടോക്കൺ കൊണ്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് സാധിക്കും അതൊരു സ്റ്റോർ പോലെയൊക്കെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെമഡി സെന്റേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടോക്കൺ ഇക്കോണമി പിന്നെ ഷേപ്പിംഗ് ആണ് ഷേപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സക്സസീവ് ആയിട്ടുള്ള റിവാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു കുട്ടീനെ ഇങ്ങനെ മൗൾഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു അങ്ങനെ ഒരു റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും ആ ബിഹേവിയറിൽ ഒരു ചേഞ്ചസ് വരികയും ചെയ്ത് ഒരു ഷേപ്പിംഗ് ഒരു റീസ്റ്റോറേഷൻ അവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഷേപ്പിംഗ് മോഡലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് മറ്റുള്ളവരുടെ ബിഹേവിയേഴ്സ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടോ അവരുടെ ബിഹേവിയേഴ്സിന്റെ ആ ഒരു പ്രോസസ്സ് അത്രയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് മോഡലിംഗിലൂടെ നമുക്ക് ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്താം പിന്നെ എക്സ്റ്റെൻഷൻ അതായത് പലപ്പോഴും ഒരു പത്ത് തവണ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തു ചിലപ്പോൾ പതിനൊന്നാമത്തെ തവണ നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കണമെന്നില്ല പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് നാൾ വരെ ആ ബിഹേവിയർ അവിടെ അതേപോലെ തന്നെ പെർസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ടായിരിക്കും അപ്പോൾ ഫ്രീക്വൻസിയിലോ ഇന്റൻസിറ്റിയിലോ ഡ്യൂറേഷനിലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി റീഎൻഫോഴ്സ്മെന്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആ ബിഹേവിയർ അവിടെ എത്തുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കൊടുത്തു പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ബിഹേവിയർ അഡാപ്റ്റീവ് ബിഹേവിയർ ട്രെയിൻ ചെയ്തുകൊണ്ടുവന്ന അഡാപ്റ്റീവ് ബിഹേവിയർ പതുക്കെ ഡിസപ്പിയർ ആകാനുള്ള സാധ്യതയും കാണാറുണ്ട് ഓക്കെ അപ്പൊ അത് ഇന്റർമീഡിയന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ പണിഷ്മെന്റിലൂടെയും ഒരു അഡാപ്റ്റീവ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത് അതൊരു എൻഷുർ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ചില കേസിൽ punishment for example drug alcohol abusers drug അബ്യൂസേഴ്സിനൊക്കെ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ ചില സമയങ്ങളിലൊക്കെ ഒരു റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് മാറാറുണ്ട് ഡ്രോപ്പിംഗ് ആൽക്കഹോൾ അബ്യൂസ് പിന്നെ അതേപോലെ തന്നെ റെസ്പോൺസ് കോസ്റ്റ് ടൈം ഔട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമ്മൾ സ്വിച്ച് ചെയ്യാം റീഎൻഫോഴ്സ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാതെ പ്രസന്റ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്ത് കുട്ടീനെ അവിടുന്ന് മാറ്റി ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബിഹേവിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട് ദെൻ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ അതായത് ഒരു കുട്ടിക്ക് ഒരു പേടി ഉണ്ടെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു കോക്രോച്ചിനെയോ ലിസാർഡിനെയോ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെന്ന് വിചാരിക്കുക ആ പേടി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പൊ ബിഹേവിയർ കൗൺസിലിങ്ങിലൂടെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് ആ പേടി മാറ്റാം എങ്ങനെയാണ് ഒരു ഹൈറാർക്കി അറേഞ്ച് ചെയ്തുകൊണ്ട് അതായത് ആദ്യം ലിസാർഡിനെ ടെൻ ഫീറ്റ് അകലെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുന്നു കരയുന്നു കുറച്ച് കഴിഞ്ഞ് പിന്നീട് കുട്ടീനെ ഒരു എയ്റ്റ് ഫീറ്റ് അകലെ നിന്നിട്ട് ലിസാറിനെ കാണിക്കുന്നു അങ്ങനെ ആ ഒരു ഡ്യൂറേഷൻ കുറച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് എലിസാറിനെ കണ്ടാലും പേടിയില്ലാത്ത ആ ഒരു സിറ്റുവേഷൻസിലോട്ട് എത്തിക്കുക അതേപോലെ അതേപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സിലൂടെ ആ പ്രോബ്ലത്തിനെ റിസോൾവ് ചെയ്യാനുള്ള ഒരു ഒരു ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷന്റെ ഒപ്പം ചിലപ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു എലമെന്റും കൂടി അവിടെ പ്രസന്റ് ചെയ്യും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു കണ്ടീഷനിങ് നടത്തിയിട്ട് ആ ബിഹേവിയറിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എക്സ്പോഷർ പ്രൊവൈഡ് ചെയ്യാം എന്തിനാണ് പേടിയുള്ളത് അത് നാച്ചുറലി അവിടെ പ്രസന്റ് ചെയ്തുകൊണ്ട് ഗ്രാജുവൽ ഗ്രേഡഡ് എക്സ്പോഷർ എന്നാ പറയുന്നത് പെട്ടെന്ന് പതുക്കെ പതുക്കെ പതുക്കെ ആ സിറ്റുവേഷനായിട്ട് കോപ്പ് ചെയ്ത് കോപ്പ് ചെയ്ത് അതിന് സൊല്യൂഷൻസ് കാണുന്നൊരു മെത്തേഡ് അപ്പം അങ്ങനെയുള്ള ഫ്ലഡിങ് എന്നൊക്കെ നമ്മൾ പറയും ഗ്രേഡ് എക്സ്പോഷർ പറയും അപ്പം അങ്ങനത്തെ പ്രോസസ്സ് വഴിയായിട്ട് തെറാപ്പി സെഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് then counselling session cognitive counselling ആണ് കൊഗ്നിറ്റീവ് കൗൺസിലിംഗിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു ടെക്നിക്കാണ് റാഷണൽ ഇമോട്ടീവ് തെറാപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത് എ ബി സി മോഡൽ എന്നാണ് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ determined by the person's belief system ഒരു വ്യക്തിയുടെ ബിലീഫാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് ഭയങ്കര ആണ് അതൊരു ബിലീഫാണ് ബി എന്ന് പറയുന്നത് regarding particular activating experiences or events ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ പേടിയാണെന്നുള്ളതാണ് എൻ്റെ ബിലീഫ് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കും അപ്പൊ അതാണ് ആക്ടിവേറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് സി എന്ന് പറയുന്നത് belief system of in individual may be either rational or irrational അപ്പൊ എന്റെ ആ ഒരു സമയത്തുള്ള പേര് ഒന്നുകിൽ അത് റാഷണൽ ആയിരിക്കും അല്ലെങ്കിൽ ഇറാഷണൽ ആയിരിക്കും അപ്പൊ ഈ മൂന്ന് മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് റാഷണൽ ഇമോട്ടീവ് തെറാപ്പി വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ആ ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലം എന്താണ് ആ പ്രോബ്ലത്തിന് എന്ത് റാഷണലിസം ഉണ്ട് എന്ത് ഇറാഷണലിസം ഉണ്ട് എപ്പോഴും അങ്ങനെ പേടിയുണ്ടോ ചില സമയത്താണോ പേടിയുള്ളത് എന്തിനെങ്കിലും പ്രസൻസിലാണോ പേടിയുള്ളത് എന്തിനെങ്കിലും ആബ്സെൻസിലാണോ പേടിയുള്ളത് അപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇറാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റന്റ് അല്ലെങ്കിൽ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു കൊഗ്നേറ്റീവ് പ്രോസസ്സ് ഇൻഡിവിജ്വലിന് കൊണ്ടുവരിക എന്നുള്ളതാണ് rational emotive therapy R E B ടിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു പറഞ്ഞിട്ടുണ്ട് Albert Ellis identified the following irrational believe that might be the root of most psychological maladjusting ഇവിടെ ഒരു I think fourteen eleven irrational believes പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവാം ഒരു ഇൻഡിവിജ്വലിന് ഒരു പ്രോബ്ലം ഒരു മാലഡാറ്റീവ് ബിഹേവിയർ ഉണ്ടാകുന്നത് ഓക്കെ ചിലപ്പോൾ ഒരു അൺഹാപ്പിനെസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസ്റ്റ് ഇവന്റ്സ് പ്രസന്റ് സിറ്റുവേഷനായിട്ട് എന്തെങ്കിലും ഡിറ്റർമൈൻ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങളായിരിക്കാം ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഇവന്റ്സ് ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിലീഫാണ് ഒരു ഇൻഡിവിജ്വലിന്റെ മാരഡാറ്റി ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the goals of R E എന്താണ് eliminate the irrational behaviour system by restructuring the belief system and system evaluation especially uh, with respect to the irrational shoulds and must and oughts അതായത് ഷുഡ് മസ്റ്റ് ഓട്ട് ഈ പറഞ്ഞിരിക്കുന്ന നിർബന്ധങ്ങൾ വളരെ കൂടുതലായിരിക്കും ഇറാഷണൽ ബിലീവ്സ് ഉള്ള വ്യക്തികൾക്ക് ആ ഷുഡ് ഐ മസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നാൽ അത് വൃത്തിയാകൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഞാനിങ്ങനെ ചെയ്തില്ലെങ്കിലും there is no much should അല്ലേ നമുക്ക് നിർബന്ധമില്ല അപ്പോൾ വരുമ്പോഴാണ് നമുക്ക് ഒരു റിലാക്സേഷൻ അവിടെ വരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യണം I should do this I must say this എന്ന് പറയുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് നമ്മൾ അതിൽ ഇറാഷണൽ ആയിട്ട് തോട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഈ ഗോൾസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഷുഡുകളും മസ്റ്റുകളും റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിന് role of R E T counsellor the teach the client how they are thinking emotions and behaviours are interrelated അപ്പൊ നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ ഫീലിങ്സ് നമ്മുടെ thinking behaviour pattern behaviour pattern interrelated ആണ് എന്നുള്ളതും എന്താണോ തിങ്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇമോഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ബിഹേവിയർ ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഒരു റാഷണൽ ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർ ഐ ടി കൗൺസിലറിന്റെ ലക്ഷ്യം അതിനവർ യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് കൊഗ്നേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് Direct questions may challenge the client to prove that his or her belief is logically by asking why. അപ്പൊ ഇതിലെന്താ പറയുന്നത് കോഗ്നേറ്റീവ് ഡിസ്പ്യൂട്ടേഷൻ ആണ് പറയുന്നത് കോഗ്നേറ്റീവ് ടെക്നിക്സിൽ ലോജിക്കൽ റീസണിങ് ആൻഡ് പേഴ്സുവേഷൻ ആണ് ഇവിടെ നടത്തുന്നത് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു കുറച്ചും കൂടി റാഷണലൈസ് ചെയ്ത് അവരുടെ പേടിനെ റാഷണലൈസ് ചെയ്യാണോ ശരിക്കും അങ്ങനെയുണ്ടോ ശരിക്കും അങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു ആ ഇറാഷണൽ ബിലീവ് സിസ്റ്റം അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള കോഗ്നേറ്റീവ് ടെക്നിക്സ് ആണ് ഒന്ന് coping self statement by developing coping self statement അങ്ങനെ കോപ്പിംഗ് സെൽഫ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് വഴി റാഷണൽ ബിലീവ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നു for example a person fearful of public speaking write down and repeat I want to speak flawlessly, but it is alright if I don't. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടന്നില്ലെങ്കിലും ഇറ്റ്സ് നോ പ്രോബ്ലം എനിക്ക് പേടിയാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഞാൻ പേടിയില്ലാതെ പറയണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് ഇൻഡിവിജ്വൽ വരുന്നത് so I am okay with I am able to manage with what I am അങ്ങനെ ഒരു റാഷണൽ ബിലീഫ് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ദെൻ സെക്കൻഡ് വൺ റീഫ്രെയിം ചെയ്യാം അതായത് reevaluate bad events as disappointing concerning or uncomfortable rather than awful or unbearable ഭയങ്കര മോശമാണ് എന്ന് പറയുന്നേക്കാളും അത് വലിയ അത്ര അങ്ങോട്ട് നന്നായില്ല അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് എന്താ പറയാ എൻറിച്ച് ആയില്ല എന്ന് പറയുന്നതിൽ ഒരുപാട് വ്യത്യാസം so that variation of this process ആ ഒരു പോസിറ്റീവ് എൻഡും നെഗറ്റീവ് എൻഡിനും തമ്മിലുള്ള വേരിയേഷനെ ആവുന്നത് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് വീണ്ടും അത് നമ്മൾ ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്യുന്നു ഒന്ന് മൈൽഡ് ആക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ചിത്രീകരിക്കുന്നു ഇത് കൊഗ്നേറ്റീവ് ടെക്നിക്സ് ആണ് ഇമോട്ടീവ് ടെക്നിക്സ് ഉണ്ട് ഇമോട്ടീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് റാഷണൽ ഇമോട്ടീവ് ഇമാജറി ആണ് ഒരു മെന്റൽ പ്രാക്ടീസ് ആണ് അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുക നമുക്ക് എന്താണ് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉള്ളത് അതിനെ നമ്മൾ കുറച്ചും കൂടി ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആക്കി നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് നോക്കുക shame attacking exercise which include activities that are harmless but dreaded such as introducing oneself to a stranger wearing loud cloth that at Vatata Extension asking a silly question at a lecture. Through this, the client learns that the world does not stop if even if a mistake is made and everything need not to be perfect. അതായത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മളിപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ചിന്തിക്കുന്നത് എപ്പോഴും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം ഞാൻ എപ്പോഴും അത്രയും ബെറ്റർ ആയിരിക്കണം അപ്പൊ ആ ബെറ്റർ ആകാൻ സാധിക്കാതെ കൊണ്ടാണല്ലോ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അത്രയും ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിലും it's no problem because no one is perfect in this world okay എല്ലാവരും അങ്ങനെ പെർഫെക്റ്റ് ആവില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഹാംലെസ് ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടി ഒരു നമ്മളെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ ഷെയിമിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിലീഫ് സിസ്റ്റം റാഷണലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാം പിന്നെ ബിഹേവിയർ ടെക്നിക്സ് പറയുന്നതാണ് ബിബ്ലിയോതെറാപ്പി ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് ഒക്കെ റീഡ് ചെയ്യുക റൈറ്റ് ചെയ്യുക അതൊക്കെ ഒരു ആർട്ടാണ് ദെൻ ആക്ടിവിറ്റി ഹോംവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു എന്താണ് ഒരു അൺറീസണബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എഴുതി എന്തുകൊണ്ട് ലോജിക്കലാണ് അതിനെ എങ്ങനെ ആക്കാം എന്തുകൊണ്ട് അതിനെ ആയി അങ്ങനെ ഒരു ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസംസ് ഒക്കെ എഴുതി അതിനെ ഒത്തിരി കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് നമ്മൾ റൈറ്റപ്പ് ചെയ്യുക അതിനെയാണ് ബിഹേവിയർ ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോൾ കുഗ്നേറ്റീവ് ടെക്നിക്സ് ഉണ്ട് ഇമോട്ടീവ് ടെക്നിക്സ് ഉണ്ട് ബിഹേവിയർ ടെക്നിക്സ് ഉണ്ട് ഇങ്ങനെ പല ടെക്നിക്സിലൂടെയും നമുക്ക് ഈ ഒരു ആർ ഇ ടി നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പറയുന്നതാണ് കൊമ്യൂണിറ്റി തെറാപ്പി കൊമ്യൂണിറ്റി തെറാപ്പിയിൽ it is based on the idea that how the individual thinks feels and act എന്തുകൊണ്ട് ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്കീമാറ്റ ഒരു നെഗറ്റീവ് സ്കീമ ഉണ്ടാകുന്നു ഒരു കൊമ്യൂണിറ്റീവ് ഡിസ്ട്രോഷൻസ് ഉണ്ടാകുന്നു ആ കൊമ്യൂണിറ്റീവ് ഡിസ്ട്രോഷൻസ് ആണ് നമ്മളെ മാലഡാപ്റ്റീവ് ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൊമ്യൂണിറ്റീവ് ഡിസ്ട്രോഷൻസ് ഇല്ലാതെ എങ്ങനെ നല്ലൊരു കൊഗ്നറ്റീവ് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു മാലഡാപ്റ്റീവിന്റെ സ്ഥാനത്ത് ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട് അതിനെയാണ് കൊഗ്നറ്റീവ് സെഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് to remove biases or distortions in thinking നമ്മുടെ തോട്ടിൽ ഉണ്ടാകുന്ന നമ്മുടെ തെറ്റിദ്ധാരണ തെറ്റായ ചിന്തകൾ അവിടെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ അപ്പോൾ ഒരു എന്താണ് ഒരു റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സിലെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നത് ദെൻ അതിൽ റോൾ ഓഫ് കൗൺസിലർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കൊഗ്നീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് പ്രവർത്തികള് ഫീലിങ്സ് ഇത് മൂന്നും ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് ഓക്കെ അപ്പൊ അത്തരത്തിലുള്ള ഒരു കൊഗ്നീഷൻസിനെ കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ഗോൾ ഡിറ്റർമിനൻസിലോട്ട് ബിഹേവിയറിലോട്ട് ലീഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലറുടെ റോള് അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക് എന്ന് പറയുന്നത് കൊഗ്നറ്റീവ് റീസ്ട്രക്ചറിങ് ആണ് കൊഗ്നറ്റീവ് റീസ്ട്രക്ചറിങ്ങില് ഒന്നാമത് നടക്കുന്നത് self monitoring and daily diary നമ്മൾ നമ്മളെ നമ്മളുടെ തോട്ട്സിനെ നമ്മളുടെ ഓട്ടോമാറ്റിക് തോട്ട്സിനെ നമ്മൾ മോണിറ്റർ ചെയ്യാം എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ആ ഒരു തോട്ടിനെ അതിൽ ആ തോട്ടില് നെഗറ്റീവ് തോട്ട്സ് ആണോ പോസിറ്റീവ് തോട്ട്സ് ആണോ എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം then write your own daily diaries അപ്പോൾ ഒരു ദിവസം നമ്മൾ എഴുതും തോറും നമ്മളിൽ തന്നെ ഒരുപാട് റിഫ്ലക്ഷൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ദെൻ എക്സാമിനിങ് അവൈലബിൾ എവിഡൻസ് നമുക്ക് ഇപ്പൊ പ്രസന്റ്ലി നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്ത് എവിഡൻസ് ആണ് ഉള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു ഡിസ്ക്ലോഷൻസ് അല്ലെങ്കിൽ കൊഗ്നീഷൻസ് കറക്റ്റ് ആണെന്ന് പറയാം അതർവൈസ് നമ്മൾ അതിനെ പറയുന്നുണ്ട് അതിനെ എവിഡൻസ് ആയിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ it is a distorted thought ആണെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും ദെൻ സോക്രട്ടിക് ക്വസ്റ്റ്യനിങ് അതായത് replacing the distorted thoughts with more accurate and realistic thoughts what is the example ആയിട്ട് ചോദിക്കുന്നതാണ് what is evidence for the belief what is evidence against it അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും എന്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അതിന്റെ എവിഡൻസോ അതിന്റെ സോഴ്സോ നമ്മൾ തിരയുക അപ്പൊ ഒരു ക്വസ്റ്റ്യനിങ് ആണ് അപ്പൊ ക്വസ്റ്റ്യൻ കൂടി കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട്സോട് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത്രയും ഒരു കൊഗ്നേറ്റീവ് അപ്രോച്ചസിലൂടെ ഇൻഡിവിജ്വൽസിന്റെ പ്രോസസ്സിൽ കൗൺസിലിംഗ് പ്രോസസ്സിൽ കൊണ്ടുപോകാം പിന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പ്രോസസ് ആണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് പ്രോസസ്സിനെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ establishing relationship with client problem identification and exploration planning for problem solving solution application ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഗ്രൂപ്പ് കൗൺസിലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും കോമൺ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കും I mean common age group gender group ഒക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം അപ്പൊ കൗൺസിലിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് അവരെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് അതാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു ഐഡിയൽ ഗ്രൂപ്പ് ഉണ്ട് സാധാരണ ഒരു സെവൻ ടു എയ്റ്റ് മെമ്പേഴ്സ് ആണ് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് മെമ്പർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ഗ്രൂപ്പ് സ്മോൾ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ മെമ്പർ ഇൻട്രാക്ഷൻ ഡിമിനിഷസ് അത്രയും അങ്ങോട്ട് എക്സ്പ്ലോറേഷൻ അത്ര കുറവായിരിക്കും ഒരുപാട് വലിയ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ കിട്ടിയെന്നും വരില്ല അപ്പൊ ഒരു മിനിമം റേഞ്ചിലുള്ള ഗ്രൂപ്പ് സൈസ് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കുക ദെൻ ഗ്രൂപ്പ് പ്രോസസ് എന്ന് പറയുന്നത് share the common processes logical ആയിട്ടുള്ള ഒരു ഒക്കറൻസിൽ കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരിക്കും അവിടെ നടക്കേണ്ടത് then establishment of the group എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ പർപ്പസ് എന്താണ് ഗോൾ എന്താണ് മീറ്റിംഗ്സിന്റെ frequency duration of group length of group meeting time ഇതൊക്കെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ എന്താ പറയാ ഒരു ഗ്രൂപ്പിന് വർക്ക് ചെയ്യാനുള്ള ഒരു ക്ലൈമറ്റ് അവിടെ എൻഷുർ ആയിരിക്കണം ദെൻ പല പല ഇനീഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പ് സെഷൻസ് പലപ്പോഴും ഗ്രൂപ്പിന്റെ ഒരു ആങ്സൈറ്റിയോ ഓക്വേർഡ്നെസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി റിസോൾവ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും പതുക്കെ പതുക്കെ ആ ഒരു കോമൺ പ്രോബ്ലത്തിലോട്ടും കോമൺ ആയിട്ടുള്ള ഒരു ഫോക്കസിലുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ ഗ്രൂപ്പിലോട്ട് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് അതെ ഏതൊരു ഗ്രൂപ്പിനും ഒരു റോളും ഉണ്ടായിരിക്കും ഒരു ഗോളും ഉണ്ടായിരിക്കും ഏതൊരു ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പ് ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈം ഗോൾ എന്ന് പറയുന്നത് ആ പ്രോബ്ലം എന്തിനാണ് അവരോട് കൂടിയിരിക്കുന്നത് അതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് അത് കൂടാതെ തന്നെ ദ റോൾ ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കൊഹസീവ് മാനറിൽ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ഒരു മേജർ ഗോൾ ഉണ്ടെങ്കിലും അതിന് ഒരുപാട് സബ് ഗോൾസ് ഉണ്ടായിരിക്കും ആ സബ് ഗോൾസിൽ each group member is recognised and responded ആയിരിക്കണം ഒരു ടേണിൽ അവർ എല്ലാവരും ഒരേപോലെ റെസ്പോണ്ടഡ് ആയിരിക്കണം അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും കൗൺസിലറിന്റെ കൈവശം ഉണ്ടായിരിക്കണം ഒരു ഇൻഡിവിജ്വലും ഒരു ഡോമിനന്റ് ആകാനോ ഒരു റിബലൻ സ്റ്റേജിലാകാനുള്ള സാധ്യതകൾ കുറയ്ക്കുക പിന്നെ ഒരു acceptance commitment to the group ഗ്രൂപ്പിന്റെ സ്ട്രക്ചറിൽ ആ ഒരു ഓറിയന്റേഷനിൽ അതിലൊക്കെ ഒരു നോർമൽ എന്താ പറയുക നോർമൽ ഒരു അപ്രോച്ച് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ പ്രോബ്ലത്തിന് ഗ്രൂപ്പിന്റെ മെമ്പേഴ്സിന്റെ ആ ഒരു വാല്യൂസിനും ഇന്റഗ്രിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം ഗ്രൂപ്പിന്റെ വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ദ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം ആ ഒരു പ്രോബ്ലം പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക പിന്നെ ക്ലാരിഫിക്കേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുക എങ്ങനെയാണ് നമുക്കത് ഇത്രയും കൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വർക്കൗട്ട് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ നിന്നും ഒരു ഡിസൈഡ് ഔട്ട്കംസ് ആയിട്ട് ഉണ്ടായിരിക്കണം ഇത് റിയലൈസേഷൻ എന്തിനാണോ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത് അതിന്റെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഗോൾസും ഗ്രൂപ്പ് ഗോൾസും അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ ചിലപ്പോൾ കുറെ മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും ഇറാഷണൽ ആയിട്ടുള്ള ബിലീഫ്സ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഹേവിയർ എമേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിലപ്പോഴൊക്കെ റീഎൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള സ്ട്രാറ്റജീസിലായിരിക്കും റിയലൈസേഷൻ കൊണ്ടുവരേണ്ടത് this termination, uh, it may be determined by the counselor or by the group member and the counselor together. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെർമിനേഷൻ പല പല സ്റ്റേജസ് ആയിട്ട് പെട്ടെന്ന് ആയിരിക്കില്ല നമ്മൾ ടെർമിനേഷൻ പറയുന്നത് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജസ് ആയിട്ട് ഓരോ ഗോളും ഓരോ സബ് ഗോൾസ് അച്ചീവ് ചെയ്തതിന് ശേഷം അത് അവരുടെ ലൈഫിൽ ഇംപ്ലൈ ചെയ്തതിന് ശേഷം സ്ലോലി ആയിരിക്കും ഗ്രൂപ്പിന്റെ ഗോള് ഗ്രൂപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു maintaining the interpersonal relationship open കമ്മ്യൂണിക്കേഷനും ട്രസ്റ്റും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും സ്റ്റേജിലൂടെ ആയിരിക്കണം ടെർമിനേഷൻസ് പ്രൊമോട്ട് ചെയ്യുക ദെൻ ടെർമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് റിവ്യൂ സമ്മറി കൗൺസിലറും ക്ലയന്റും ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റി റിവ്യൂ സമ്മറി ഒക്കെ പറയുന്നത് ഇഫക്റ്റീവ് ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഗ്രൂപ്പിന്റെ ടെർമിനേഷൻ പ്രോസസ്സ് നടത്തുന്നത് Um, ഈ ഗ്രൂപ്പിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് ഓരോ തിയറട്ടിക്കൽ ആസ്പെക്ട്സിൽ നടക്കണേ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഹൗ എന്നുള്ള രീതിയിലായിരിക്കും ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ബിഹേവിയറൽ കൗൺസിലറിനെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടിയൊക്കെ ഒരു റീഎൻഫോഴ്സ്മെന്റിലൂടെയും ഒരു മോഡലിങ്ങിലൂടെയും കുറച്ചൊക്കെ എന്താണ് ഒരു ബിഹേവിയറൽ മാനേജ്മെന്റ് ടെക്നിക്സിലൂടെയൊക്കെ ആയിരിക്കും ഗ്രൂപ്പിന്റെ ഫങ്ഷൻസ് കൂടുതലായിട്ടും പോകുന്നത് റാഷണൽ ഇമോട്ടീവ് തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു prominent in promoting client change within the group അവരുടെ എന്തെങ്കിലും ഒരു ഇല്ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലാക്ഷൻ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റോൾ പ്ലേയിങ്ങിലൂടെയോ എം ടി ചെയർ ടെക്നിക് അതായത് നമ്മൾ ജസ്റ്റാൾട്ട് തെറാപ്പിയിൽ എം ടി ചെയർ ടെക്നിക് ഒക്കെ പറഞ്ഞത് അതേപോലെയൊക്കെയുള്ളൊരു രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കാം ദെൻ ഗെസ്റ്റാൾട്ട് തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഗെറ്റിംഗ് ഇറ്റ് ഓൾ ടുഗദർ ഒരു ഗ്രൂപ്പ് ഒരു യൂണിഫോമിറ്റിയിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ മാത്രം അവെയർ ആക്കി ബാക്കിയുള്ളതിനൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൂടെ കൊണ്ടുവന്ന് പ്രസന്റ് സിറ്റുവേഷനെ ഫോക്കസ് ചെയ്യാനായിട്ടായിരിക്കും ജസ്റ്റാൾട്ട് തെറാപ്പിസ്റ്റിലെ ഗ്രൂപ്പ് വർക്കൗട്ട് ചെയ്യുന്നത് കോഗ്നേറ്റീവ് തെറാപ്പിസ്റ്റ് അവരെ ലോജിക്കൽ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ similarities between individual and group counselling രണ്ടിനും ഒരു ആക്സെപ്റ്റൻസും പെർമസീവ് ക്ലൈമറ്റ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക both techniques aim at clarifying feelings restatement of content then difference ആയിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽ ഒന്ന് സൈസ് ഗ്രൂപ്പ് സൈസിന്റെ കാര്യത്തിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണെങ്കിൽ ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു എന്താ പറയാ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഫോക്കസിങ് ആയിരിക്കില്ല അവിടെ ഒരു കോമൺ ഗോളും കോമൺ പ്രോബ്ലവും ആയിരിക്കും ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് കൗൺസിലിംഗിൽ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഹെൽപ്പ് റിസീവ് ചെയ്യുന്ന പോലെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഫോമിലുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കില്ല ഒരു ഗ്രൂപ്പ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കും